only six students അല്ലേ yes okay so last day we discussed about the basic of uh, psychodiagnostic procedure or various psychological tests used to assess various psychological faculties in clinical and uh, non-clinical settings. And uh, I think uh, the first uh, technique of the diagnostic interview we have already discussed. Interview as a technique that is used in clinical setting for gathering information about the patient's problem and how the psychologist in clinical setting arrive at a conclusion regarding the psychological uh, disorder of the patient. Okay. So now we are uh, going to discuss the various psychological tests <clears throat> that is used in uh, both clinical and non-clinical setting to assess different types of psychological function. Uh, and uh, this uh, uh different uh, assessment technique for gathering information and interview observation and also the information from the different type of test all these informations are combined to make a complex process that is the diagnosis or the judgment about the patient. Okay. And the most widely used clinical test or test used in psychological testing used in clinical set can be divided into three types. They are psychological test of general mental ability and intelligence, personality, and neuropsychological tests. Okay. So uh, the entire test can be divided into these three the uh, category they are test for assessing general mental ability and also intelligence personality and uh, neuropsychological test so you can begin by the first one that is Individual test of general mental ability and intelligence. Individual test here it means in a clinical setting only one person is uh, only one person that is patient is coming for uh, seeking help or testing for uh, undergoing the testing procedure. The same test can be used in group also. But in clinical setting, we use this test, psychologists use the test uh, for one individual. That is uh, are individual test of uh, general mental ability and intelligence. And major, major uh, general mental ability test and intelligence are first one Westler scales, second Stanford Binet scale, third Raven's progressive matrices, fourth Hoffman assessment matrix for children then next is a differential ability scales then uh, Das Nigleri comprehensive assessment system. These uh, tests are commonly used in clinical uh, setting for assessing the mental ability uh, of the patient or intelligence of the patient. ചില സമയത്ത് നമുക്ക് മെന്റൽ എബിലിറ്റി നോക്കേണ്ടി വരും ചില സമയത്ത് ഇന്റലിജൻസ് മാത്രം നൽകും so depending on the situation depending on the objective this test use to uh, in uh, used differently. Okay. So first one that is a Wechsler scale. The scale measure intelligence and cognitive ability in children, adult, and older adolescents. It was developed by David Westler in 1955. Later, it was revised. Uh, this test was uh, revised. Uh, uh ways are for solution that is known as ways means Westler adult intelligence scale this scale has its three uh, division that we uh, three three uh, type that we will as uh, later. That is a uh, Wechsler intelligence scale for adult, Wechsler scale for intelligence scale for children, and for primary. Okay, first this uh, uh Wechsler developed test for measuring the intellectual capacity of adult. This bachelor adult in scale was developed in 55 and later it was uh, revised uh, as uh, this was its revision done in uh, then it's third revision in 1991 again it was revised as the fourth revision of the Western adult scale in 2008 and car is the latest version, is version that was uh, revised in uh, revised in uh, uh 2014. Okay. This is regarding the particular data intelligence. Okay, this is first developed for measuring the intelligence of the data. Then it's a uh, it's a version four. it's version four. children that is known as WISC, Wechsler Intelligence Scale for Children. This it was developed in uh, 1949, then in 74 WISC-R, then the third edition that was done in 91, 1991, then WISC fourth revision 2003 and the latest revision that is uh, uh, uh that is its uh, fifth uh, revision is in 2014 this test is used for measuring the intelligence of children in the age range of 6 to 16 years okay the the earlier one that is base was used for measuring intelligence of children, sorry, in the age of the people of uh, above 16 years, adult group level. This is for uh, uh, this is for uh, uh, for this uh, six to 60 years. Then next is its version for pre-primary, bachelor pre-primary. Uh, scale uh, for, for uh, intelligence it was first uh, uh, developed in 1967 then it's a, a, revision that is 89 then third revision that is 2002 fourth uh, revision is the current version it was done in 2014 this test is used for measuring the intelligence of 4 to 6 years ഞാനിവിടെ ടൈപ്പ് ചെയ്തത് കോപ്പി ചെയ്ത് നിന്ന് കോപ്പി ചെയ്തിട്ടപ്പോൾ ചെറിയൊരു തെറ്റ് ചെയ്തതാണ് ഫോർ ടു സിക്സ് ഇയേഴ്സ് ആണ് പ്രീ പ്രൈമറി ലെവലിലുള്ള കുട്ടികളുടെ ഇന്റലിജൻസ് നോക്കുന്നത് ഓക്കെ ഇനി ഈ ടെസ്റ്റിന്റെ സബ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് വാട്ടിയെ വാട്ടിയല്ലേ നിങ്ങൾ വാട്ടിയെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊരു ഇന്റലിജൻസ് ടെസ്റ്റാണ് അതുപോലത്തെ ഉള്ള ഇന്റലിജൻസ് ടെസ്റ്റുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് യൂസ് ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളാണ് വേസ് എന്ന് പറയുന്നത് വെസ്റ്റലറുടെ സ്കെയിൽ അതിന്റെ മൂന്ന് വേർഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ways adult version children children's version and for version preparation for the pre primary students pre primary school students okay so the first that is ways ways consisted ഓഫ് ഓരോന്നിന്റെ ഇതിന്റെ റിവിഷൻ വരുന്ന സമയത്ത് ടെസ്റ്റുകൾ മാറുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ടെസ്റ്റുകളല്ല ഇപ്പൊ വരുന്നത് കാരണം അത് ഓരോന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ചില ടെസ്റ്റുകൾ ആഡ് ചെയ്യും സബ് ടെസ്റ്റുകൾ ആഡ് ചെയ്യും ചിലത് ഒഴിവാക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസീജിയർ ഈ ഇന്റലിജൻസ് മനസ്സിലാക്കുന്നതിനുള്ള പ്രൊസീജിയർ എല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം മാറി വരുന്നുണ്ട് ഓക്കെ ഇതിലിപ്പോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന വേസ് ആറിനെ പറ്റിയാണ് ഫസ്റ്റ് റിവിഷൻ ഫസ്റ്റ് റിവൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനെ പറ്റിയാണ് QSAR consisted of six verbal and five performance tests. The various verbal tests are information, comprehension, arithmetic digit, similarity, and vocabulary. Then the performance test, picture arrangement, subtest and picture arrangement, picture completion, block design, object assembly, and digits അപ്പൊ ഇവിടെ ടെസ്റ്റുകളെ രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകളാണുള്ളത് വെർബൽ ടെസ്റ്റുകളുണ്ട് പെർഫോമൻസ് ടെസ്റ്റുകളുണ്ട് വെർബൽ ടെസ്റ്റിൽ നിന്നും പെർഫോമൻസ് ടെസ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ഐക്യു വെർബൽ ഐക്യു ഉണ്ട് പെർഫോമൻസ് ഇത് രണ്ടും കൂടി ചേർത്ത് സ്കെയിൽ സ്കെയിൽ ഐക്യു ആണ് നമ്മൾ സാധാരണ ഐക്യു എന്ന് പറയുന്നത് പക്ഷെ വെർബൽ ഐ ക്യു മനസ്സിലാക്കാതെ പെർഫോമൻസ് ഐ ക്യു മനസ്സിലാക്കി ഈ ഇത് ഇതിന്റെ വേർഷൻസ് സോറി ഇതിന്റെ അഡാപ്റ്റൻസ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ ഇന്ത്യയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള വേർഷൻസ് ആണ് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് കാരണം ഓരോ പ്രസറിനനുസരിച്ച് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത മാത്രമല്ല യൂസ് ചെയ്യുന്ന items items performance items different ആകാനുള്ള സാധ്യതയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ബാക്കിയാണ് പെർഫോമൻസ് അതിനകത്ത് പക്ഷെ ഇതിനകത്ത് വെർബലും ഉണ്ട് പെർഫോമൻസും ഇനി നിങ്ങളുടെ ബുക്ക്ലെറ്റ് കൊടുത്തിരിക്കുന്ന ബേസ് ആറിന്റെ ബേസ് ഫോറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷൻ വേർഷനിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പത്തുള്ള വേർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഫിഫ്ത് വേർഷൻ വന്നിട്ടുള്ളത് അതിന് മുമ്പത്തുള്ള വേർഷൻ ടു തൗസൻഡ് ത്രീയിലുള്ള വേർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് WAIS 4, with the new WAIS 4, the verbal and performance of skills were replaced by the ഇൻഡെക്സ് സ്കോർ നമ്മൾ നേരത്തെ പറഞ്ഞത് there are three type of score for both verbal and performance the base fourth revision that was uh, replaced by both this performance and intelligence score was uh, re replaced by four index score When was replaced by core uh, index score. and they are first one verbal comprehension index. Second is perceptual reasoning index. Third is working memory index. And fourth is processing speed index same sub test തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി സബ് ടെസ്റ്റുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വെച്ചതിന് ശേഷം verbal I Q performance I Q എന്നുള്ള രീതിയിലുള്ള രണ്ട് രണ്ട് പ്രൊസീജിയർ മാറ്റിയതിന് ശേഷം അത് ഇൻഡെക്സ് ആക്കി മാറ്റി verbal comprehension index percept reasoning index working memory index processing speed index എന്ന് പറഞ്ഞു ടെസ്റ്റുകൾ ഓരോ ഓരോ ഇൻഡെക്സിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ വേറെ രീതിയിൽ കമ്പയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഇതിന്റെ സ്കോർ എടുക്കുക ഫോർ എക്സാമ്പിൾ സിമിലാരിറ്റീസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഒക്കാബുലറി ഇൻഫർമേഷനും ഒക്കാബുലറി ആൻഡ് ഇൻഫർമേഷനും കോംപ്രഹെൻഷനും കൂടി ചേർന്നിട്ടുള്ള സ്കോറാണ് വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് ആയിട്ട് പെർസെപ്റ്റ് റീസണിങ് ഇൻഡെക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് it include the sub test of block design matrix reasoning visual puzzles picture completion figure weight except ഇനി വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ് എന്ന് പറയുന്നത് score from the digit span, arithmetic, letter number sequencing, subscale, except processing സ്പീഡിൽ വരുന്ന സിമ്പിൾ സെർച്ച് കോഡിങ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സബ് ലിസ്റ്റുകൾ ചേർത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് സ്കോറാക്കി എടുക്കുന്ന രീതിയാണ് ബേസ് ഫോർത്തിൽ വരുന്ന സമയത്തിനാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഡെക്സ് ആണ് എടുക്കുന്നത് വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ B C A score P R I score W M I processing speed അപ്പൊ ഇത്രയും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണ് ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏത് ഏരിയയിലാണ് സ്ട്രെങ്ത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഏത് ഏരിയയിലാണ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വീക്ക്നെസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ഇൻഡെക്സ് എടുക്കുക അപ്പൊ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഹ്യൂമൻ കപ്പാസിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ കമ്പോണൻസിനെ കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ full scale IQ the combination of working memory and it speed index ഇതൊക്കെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഫുൾ സ്കെയിലേക്ക് എടുക്കാം ഇനി അതുപോലെ തന്നെ ഈ ജനറൽ ഇതിൽ തന്നെ നമുക്ക് ജനറൽ എബിലിറ്റി ഇൻഡെക്സ് എടുക്കാം പി സി ഐയും പി ആർ ഐ ചേർത്ത് ജനറൽ ഇൻഡെക്സ് എടുക്കാം ഇതാണ് ബേസ് എന്ന് പറയുന്ന ടെസ്റ്റ് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് വെഷ്ലറുടെ സ്കെയിൽ തന്നെ അഡോളസ് സോറി അഡൾട്ടിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഇനി വിസ്ക് എന്ന് പറയുന്ന ടെസ്റ്റ് സെയിം തന്നെ വെഷ്ലറുടെ ടെസ്റ്റ് കുട്ടികളിൽ ഉപയോഗിക്കുന്ന test here it measure the intelligence and related community abilities and is relevant for assessment and identification of specific learning disabilities like dyslexia dyscalculia etcetera intelligence test തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ രീതിയിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചില ലേണിംഗ് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഇതുപോലെ തന്നെ verbal comprehension perceptual reasoning working memory processing speed ഇത്രയാണ് നോക്കുന്നത് അപ്പൊ ഈ ഇതിന്റെ ഫുൾ സ്കെയിൽ എടുക്കുന്ന സമയത്ത് ഫുൾ സ്കെയിൽ എടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റും മാത്രമല്ല ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് അറിയാൻ പറ്റും ഞാൻ എല്ലാ ടെസ്റ്റിന്റെ മെറ്റീരിയൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഈ ഇതിനകത്ത് വെസ്റ്റർ സ്കെയില് വിസ്കില് വിസ്കിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഉണ്ട് അത് ചെയ്തിട്ടുള്ളത് മാലിൻസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ അറിയപ്പെടുന്ന സ്കെയിലിന് അറിയപ്പെടുന്നത് മിസ്ക് മിസിക് എന്നാണ് അറിയപ്പെടുന്നത് Malin's intelligence scale for Indian children എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഷ്ലർ അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റിന്റെ ഇന്ത്യൻ വേർഷൻസ് എന്ന് പറഞ്ഞു ആ ടെസ്റ്റിന്റെ വേർഷൻസിൽ നമ്മൾ ഇത് പറയുന്ന പോലെ അതിനകത്ത് വെർബൽ ഉണ്ട് വെർബൽ ഐറ്റംസ് ഉണ്ട് കോംപ്രഹെൻഷൻ ഉണ്ട് അതിനകത്ത് ഒരു രണ്ടു മൂന്ന് ഐറ്റം നിങ്ങൾക്ക് വായിക്കാം ഇത് മാനുവലിൽ നിന്ന് ഞാൻ വായിക്കാം കേട്ടോ അല്ല നമുക്ക് വായിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ വെർബ് ഇൻഫർമേഷൻ വരുന്നത് ഐറ്റം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളോട് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഇത് ഒരു പക്ഷെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല for example what is Sanskrit ഒരു item one item in information ഇനി ജനറൽ കോംപ്രഹെൻഷൻ ടെസ്റ്റിലെ ജനറൽ കോംപ്രഹെൻഷൻ ടെസ്റ്റിലുള്ള ഒരു ചോദ്യം for example one item instead of spending money sorry instead of spending all your money why would it be better to save some for example in a bank അതിനാണ് ആളുകൾ പൈസ ബാങ്കിൽ സേവ് ചെയ്യുന്നത് അപ്പൊ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ചിട്ട് ഉത്തരത്തിനനുസരിച്ചിട്ട് എത്ര സ്കോർ കൊടുക്കണം ഇതിനകത്ത് നീ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണോ കുട്ടി ഉത്തരം പറയുന്നത് ആ ഉത്തരത്തിനനുസരിച്ച് നമ്മൾ ഓരോ സ്കോർ കൊടുക്കും ഓരോന്നിലും അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള ജനറൽ കോമ്പറ്റൻസിൽ തന്നെ പതിനാല് ഐറ്റം ഉണ്ട് ഇൻഫർമേഷനിൽ ഇതുപോലെ തന്നെ മുപ്പത് ഐറ്റം ഉണ്ട് പിന്നെ അർത്ഥമെറ്റിക് ടെസ്റ്റ് അർത്ഥമെറ്റിക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം four boys have gathered 72 marbles or flowers. If they divide them equally, how much will each get? ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു അതുപോലെ തന്നെ അനോ അനോലോഗീസ് ആൻഡ് സിമിലാരിറ്റീസിൽ സിമിലാരിറ്റി പറയാനായിട്ട് ആവശ്യപ്പെടുന്നു രണ്ട് ഒബ്ജക്റ്റുകൾ പറയും ഇത് തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് ആവശ്യപ്പെടുന്നു for example mountain and lake മൗണ്ടിയനും ലേക്കിനും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് ചോദിക്കുന്നു കുട്ടികൾ ചോദിക്കും അതുപോലെ വൊക്കാബുലറിയിൽ കുറെ അധികം വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും വാക്കുകളുടെ മീനിങ് എന്താണെന്ന് ഫോർ എക്സാമ്പിൾ ഗാംബ്ലിംഗ് ഒരു ഐറ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് അപ്പൊ ഇതിൽ ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള വെർബൽ ടെസ്റ്റുകൾ വെർബൽ ടെസ്റ്റുകൾ തന്നെ പോലെ തന്നെ പെർഫോമൻസ് ടെസ്റ്റുകൾ ഉണ്ടാവും പെർഫോമൻസ് ടെസ്റ്റുകളിൽ നിങ്ങൾ ബാറ്ററി ചെയ്തിട്ട പോലത്തുള്ള ടെസ്റ്റുകളാണ് പെർഫോമൻസ് ടെസ്റ്റിൽ കുറച്ച് പക്ഷെ ഇതിനകത്ത് കുറച്ചൊരു ഐറ്റം അറിയോ അതിനകത്ത് ഉണ്ടാകും കാണാൻ പറ്റുന്നത് അറിയാൻ പാടില്ല okay so this this an item this is നിങ്ങൾ കാണാൻ പറ്റുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഹലോ ആ കാണാൻ പറ്റുന്നു ഓക്കെ അപ്പോ ഇതില് ഇത് എന്താണ് ഇത് പിക്ചർ കംപ്ലീ പിക്ചർ കംപ്ലീഷൻ ആണ് ഏറ്റവും കൂടുതൽ പിക്ചർ കംപ്ലീഷനിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ കാണുന്ന ഹോഴ്സിന് ഒരു ഭാഗം വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട് അത് ഏതാണെന്ന് പറയാനാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ നമുക്ക് കാണാം അതിനകത്ത് പേര് വരക്കത്തില്ല ഓക്കെ ഇനി വേറൊരു ഐറ്റം അനദർ ഐറ്റം ഈ ഫേസിൽ എന്താണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് ദെൻ ഈ കാർഡില് പ്ലെയിൻ കാർഡില് എന്താണ് മിസ്സിംഗ് ഉള്ളത് അതായത് കംപ്ലീറ്റ് ചെയ്യുക പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക അനദർ ഐറ്റം ഓക്കെ അപ്പൊ ഇതുപോലെ ധാരാളം ഐറ്റം ഇതുണ്ട് കേട്ടോ ധാരാളം ഇതുപോലത്തുള്ള ഐറ്റംസ് ഉണ്ട് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ ഇങ്ങനെ ചോദിക്കുന്നു ചോദിച്ചതിന് ശേഷം അതിന്റെ ഉത്തരം പറയും ഇത് പിക്ചർ കംപ്ലീഷൻ അതുപോലെ തന്നെ another is object assembly object അസംബ്ലിയിൽ ഒരു ഒബ്ജക്റ്റിന്റെ പാറ്റേൺ കൊടുക്കും കാണുന്നില്ല ഓക്കെ അവ ഒരു ഒരു ഒബ്ജക്റ്റ് കൊടുക്കും ഒബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് അസംബ്ലി ചെയ്യാനായിട്ടുള്ള ചില പാർട്സുകൾ കൊടുക്കും കേട്ടോ അതിപ്പോ ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് ഇത് ഒരു ഒബ്ജക്റ്റിന്റെ അസംബ്ലി ചെയ്യാനുള്ള പാർട്സുകളാണ് അപ്പൊ ഈ പാർട്സുകൾ കൊടുത്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് അസംബ്ലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് സമയം തൊട്ട് തന്നെ എല്ലാം തന്നെ സമയമുണ്ട് എപ്പോഴെങ്കിലും ചെയ്യില്ലല്ല ഇന്റലിജൻസ് ആയതുകൊണ്ട് all intelligence test are with time limit അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്യണം മാക്സിമം ഇത്ര സമയം കൊടുക്കും ഓരോ സമയവും ഓരോ സമയത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ബോണസ് മാർക്ക് ഉണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഒബ്ജക്റ്റ് അസംബ്ലിയുടെ ഐറ്റംസ് ആണ് ഇത് പറഞ്ഞല്ലോട്ടോ കുറെ അധികം ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ എല്ലാവരും കാണിക്കുന്നില്ല ഞാൻ നമ്മളിരിക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോഗ് ഡിസൈൻ ബ്ലോഗ് ഡിസൈൻ ഒരു പക്ഷെ നിങ്ങൾ ബാറ്റിയിൽ ചെയ്തിട്ടുണ്ടാകാം യെസ് ബ്ലോഗ് ഡിസൈനിൽ ഇതുപോലെയുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ബ്ലോക്കുകൾ കൊടുക്കും എന്നിട്ട് ഒരു ഡിസൈൻ ഇത് ബ്ലോക്കാണ് ഈ ബ്ലോക്കുകൾ കൊടുത്തതിന് ശേഷം ഒരു ഡിസൈൻ കാണിക്കും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് യെസ് ഫോർ എക്സാമ്പിൾ ഈ ഡിസൈൻ ഈ ഡിസൈൻ ആ ബോക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറയും ഇതിപ്പോ പതിനാറ് ബ്ലോക്സ് ആവശ്യമായിട്ടുള്ള ഒരു ഡിസൈനാണുള്ളത് ഇപ്പൊ ഓരോന്ന് കൂടി കൂടി വരും കേട്ടോ നാലുണ്ട് അതിനുശേഷം നയൻ ഉണ്ട് സ്ക്വയറാണ് എല്ലാം കാരണം ഈ പാറ്റേൺ എല്ലാം തന്നെ സ്ക്വയർ സ്ക്വയർ ആയതുകൊണ്ട് ബ്ലോക്സ് ഇതുപോലെ തന്നെ സ്ക്വയർ ആയിരിക്കും ഫോർ കഴിഞ്ഞാൽ നയൻ നയൻ കഴിഞ്ഞാൽ സിക്സ്റ്റി ഇത്രയും ബ്ലോക്സ് വെച്ചിട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തുള്ള ഐറ്റംസ് ആണ് സാധാരണ അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് വെർബൽ ടെസ്റ്റുകളാണ് രണ്ടാമത് കാണിച്ചിട്ടുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് കാണിച്ചത് പെർഫോമൻസ് ടെസ്റ്റ് ആണ് എന്ത് ഇതിൽ ചെയ്ത പോലെ പാറ്റേലിൽ ചെയ്ത പോലത്തുള്ള പെർഫോമൻസ് ടെസ്റ്റുകളാണ് ഈ പെർഫോമൻസ് ടെസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പൊ ഇതിനനുസരിച്ചിട്ട് വർക്കിംഗ് മെമ്മറി ഉണ്ട് കേട്ടോ സിമിലാരിറ്റി വർക്കിംഗ് മെമ്മറി കുറെ അധികം ഉണ്ട് അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് കൊണ്ടാണ് ഇതില് അവസാനം നമ്മൾ ഇപ്പൊ ഇപ്പോഴത്തെ വേർഷൻ അനുസരിച്ചിട്ട് ഫോർത്ത് വേർഷൻ അനുസരിച്ചിട്ട് വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സ്പീഡ് വർക്കിംഗ് മെമ്മറി ഇതെല്ലാം നോക്കും അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇന്റലക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് പൊതുവെ വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് കുറവായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണത് ഗ്രാസ്പ് ചെയ്യാനുള്ള കോംപ്രഹെൻഡ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കുള്ളൂ നമ്മൾ പറയില്ല സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സ്പീഡ് ഉണ്ടാവില്ല പ്രോസസിങ് സ്പീഡ് ഉണ്ടാവും സിമ്പിൾ സർക്കിൾ സിമ്പിൾ പല സിമ്പിൾ കൊടുത്തതിന് പർട്ടിക്കുലർ സിമ്പിൾ മാത്രം അതിനകത്ത് സെർച്ച് ചെയ്യാനായിട്ട് കോഡിംഗിൽ ഇതുപോലെ ഓരോ പാറ്റേണും വേറെ രീതിയിൽ കോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ലെറ്റർ മാത്രമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയും അപ്പോൾ ഒരു മിക്സർ ലെറ്റേഴ്സ് കൊടുത്തതിന് ശേഷം ഇപ്പൊ ബി എന്ന് പറയുന്ന ലെറ്റർ മാത്രം ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പൊ ബി എന്ന് പറയുന്ന ലെറ്റർ ക്യാൻസൽ ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ടുണ്ടാകും ടു മിനിറ്റ്സിനുള്ളിൽ മാക്സിമം അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കി കഴിയുന്ന സമയത്ത് we can understand that whether the child is child's processing speed is normal or relatively low or relatively high etcetera അപ്പൊ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെയാണ് കുട്ടിയുടെ സ്ട്രെങ്ത് എവിടെയാണ് കുട്ടിയുടെ വീക്ക്നെസ് പ്രോബ്ലംസ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഇത് ഇത് ഇത് ഇതുപോലത്തെ ടെസ്റ്റുകൾ തന്നെയാണ് വേസ്റ്റിൽ ഉപയോഗിക്കുന്നത് വേസ്റ്റിലാവണ സമയത്ത് ഇതിന്റെ ഡിഫിക്കൽറ്റി ഇൻഡെക്സ് കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഞാൻ ഉള്ളത് വിസ്കിന്റെ കുട്ടികളുടെ സ്കെയിലിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ സാധാരണ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നത് മിസിക്കുന്നവർ കാരണം ഇന്ത്യൻ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആയിരുന്നു മിസിക്കാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നല്ല വേസ് ഇരിപ്പുണ്ട് വേസ് ഇതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് വേസിൽ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഡിഫിക്കൽറ്റ് ഐറ്റംസ് കുറച്ചും കൂടി ഹയർ ഡിഫിക്കൽറ്റി ലെവൽ ഉള്ളതാണ് ഇപ്പൊ നമ്മളെ ഈ നിങ്ങൾ ബ്ലോക്ക് ഡിസൈനൊക്കെ കുറച്ചും കൂടി ബ്ലോക്ക് ഡിസൈനും ഡിജിറ്റ് സ്പാനൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതാണ് അതിൽ വെർബൽ കോമ്പർഹാൻഷനും ഇൻഫർമേഷനൊക്കെ കുറച്ചും കൂടി ഒരു അഡൾട്ട് ലെവലിലേക്ക് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ യെസ് ഇനി ഇതിന്റെ version, pre-primary level. Uh, bachelor primary and pre-primary scale of intelligence. Its uh, third revision is now in use. Uh, here is uh, the uh, here the test uses a similar subtest, but with a uh, relatively low difficult. and here only verbal and performance IQ are used instead of current version of waste and whisk that they are used. അതിൽ വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് ആണ് നമ്മുടെ ഈ പ്രൈമറി സ്കെയിലിൽ ഇപ്പോഴും വെർബൽ ഐക്യവും പെർഫോമൻസ് ഐക്യവും അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഫുൾ സ്കെയിൽ ഐക്യം ആണ് നോക്കുക അപ്പം ഇത്രയാണ് വേഴ്സലറുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അഡൽട്ടിന് പറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സ്കെയിൽ ഉണ്ട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ നമ്മുടെ അഡോളസെൻ്റ് ഏജിൽ വരെ ഉള്ള ഇതുണ്ട് അതിന് ഉള്ള ഏജിലുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി ലെവലിൽ ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് വേർഷൻസിന്റെ സ്കെയില് അതിൻ്റെ തന്നെ സബ് സ്കെയിലും ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ വെർബലിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേസിൽ തന്നെ ആറ് വെർബൽ ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ അഞ്ച് പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഇത് ഓരോന്നും ചെയ്തിട്ട് ഓരോന്നിൻ്റെ പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ചെയ്തിട്ട് ഓരോന്നിൻ്റെ ഇൻഡെക്സ് കണ്ടിട്ട് ഇൻഡെക്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഫുൾ സ്കെയിൽ കാണുന്നു അതാണ് ഐ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ് അതിനോടൊപ്പം തന്നെ ഓരോ ഏരിയയിലും ഇപ്പൊ കോംപ്രഹെൻഷൻ എത്രയാണ് സ്പീഡ് എത്രയാണ് പ്രോസസ്സിങ് എത്രയാണ് വർക്കിംഗ് മെമ്മറി വർക്കിംഗ് മെമ്മറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം സൈക്കോളജി പഠിച്ചിട്ടുള്ള വർക്കിംഗ് മെമ്മറി വർക്കിംഗ് മെമ്മറി എത്രയാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ കൊഗ്നിറ്റീവ് എബിലിറ്റിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പിക്ചർ കിട്ടും എന്നുള്ളതാണ് ഈ ടെസ്റ്റുകൾ ഈ ടെസ്റ്റ് ആണ് വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് ഈ ടെസ്റ്റും ഇതിന്റെ അഡാപ്റ്റേഷൻസ് കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചുള്ള ടെസ്റ്റ് മിസിക് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇന്ത്യൻ അഡാപ്റ്റേഷൻ എല്ലാ രാജ്യത്തും വേസിന്റെ സ്കെയില് വെസ്റ്ററുടെ സ്കെയില് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കൾച്ചറിനനുസരിച്ചുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് okay so that is Wechsler scale with its three three version for measuring intelligence of uh, individual at different age level കുട്ടികൾക്ക് പ്രീ പ്രൈമറി അല്ലെങ്കിൽ school going adult group okay അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആണ് സ്റ്റാൻഫോർഡ് ബീനെ സ്കെയിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും ഇന്റലിജൻസ് എന്ന് പറയുന്ന ഏരിയയിൽ പഠിച്ചിട്ടുള്ളതാണ് Stanford Binet what is the importance of Stanford Binet test in psychology hello what is its importance hello hello ആരൊന്നും പറയുന്നില്ലല്ലോ പോയോ ഹലോ ആ okay what is the importance of Stanford Binet test in psychology I think you have learned last year in your chapter on intelligence. Hmm? Anybody? Binet test എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻസ് എന്താണ് anybody no no one is answer ഓർമ്മയില്ല മറന്നുപോയോ സ്റ്റാൻഫോർഡ് ബീനെ ഇന്റലിജൻസിൽ പറയുന്ന സമയത്ത് ഇന്റലിജൻസ് അസസ്മെന്റ് പറയുന്ന സമയത്ത് തന്നെ പറയുന്നതാണ് പൊസിറ്റ് പറയുന്നത് അറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓക്കെ പറയൂ ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ടല്ലേ അതെ ആ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഒരു സൈക്കോളജിയിലുള്ള ഒരു ഡെവലപ്മെന്റൽ ഡെഫിഷ്യൻസീസിലൊക്കെ പാടാൻ പാടാൻ ഡെവലപ്മെന്റൽ ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഡയഗ്നോസ്റ്റിക് പ്രോസസ് അല്ല ഉദ്ദേശിക്കുന്നത് സൈക്കോളജിയിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഐ ക്യു തന്നെയാണ് ഇന്റലിജൻസ് എന്ന് what is its historical importance in psychology കൊടുത്തില്ല okay Stanford Binet test is the first test first intelligence test in psychology it was developed by Binet and Simon in 1905 in France. At that time, the that government, French government, uh, appointed these two psychologists, Binet and his uh, associate Simon for making a test, a psychological test for differentiating children with uh, poor intellectual capacity in class. That is importance of Stanford being a first intelligence scale. ഇനി അത് മറന്നേക്കരുത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ടൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ടായത് സ്റ്റാൻഫോർഡ് ബീനിയ ആണ് Vinod uh, Stanford, Stanford is the name of the university in which this professor Binet was working. He and his associate co Simon made an intelligence test uh, with this uh, purpose in 1905. This uh, test has also its uh, uh, different revisions. now it is with its fifth revision, fifth edition, SD5 that was done in three latest ആയിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫിഫ്ത്ത് ആണ് ഇത് പൂർണ്ണമായി തന്നെ റിവൈസ് ചെയ്യും കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇതിപ്പോൾ ഏകദേശം ഒരു പതിനേഴ് വർഷമായി ഇപ്പോൾ ലാസ്റ്റ് റിവിഷൻ വന്നതിന് ശേഷം ഇത് കൂടുതൽ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നത് കേട്ടോ സ്റ്റാൻഫോർഡ് ബീനെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് ബീനെ ടെസ്റ്റും ഇതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള മെൻ്റൽ എബിലിറ്റിയാണ് പല രീതിയിലുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണിത് മെഷർ സബ് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യപ്പെടുന്നത് ഈ സബ് ടെസ്റ്റുകളാണ് സബ് ടെസ്റ്റുകളും ഏതൊക്കെ ഏരിയ ആണെന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് for example fluid reasoning knowledge quantitative reasoning visual spatial processing, working memory these are the factors These are the factors. So uh, to be measured using the different receptors like early reasoning, verbal absurdity, verbal analogies, object series, metrics, etc. അപ്പോൾ ഈ സബ് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഈ സബ് ടെസ്റ്റുകളിൽ തന്നെ ഓരോന്നും ഈ സബ് ടെസ്റ്റുകളിൽ പിന്നെ അതിൻ്റെ ഓരോ സബ് ടെസ്റ്റിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് സബ് സ്കെയിലുകൾ കേട്ടോ അപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു റീസണിങ് തന്നെ നോളജ് മനസ്സിലാക്കാനായിട്ട് വൊക്കാബിലിറ്റി എന്ന് പറയുന്ന സബ് ആണ് ഉപയോഗിക്കുന്നത് വെർബൽ അബ്സേഡിറ്റിയില് ഫ്ലൂയിഡ് റീസണിങ് മനസ്സിലാക്കുന്ന സമയത്ത് നോളജിൽ പ്രൊസീജിയറൽ ആണ് മനസ്സിലാക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നമ്മൾ മനസ്സിലാക്കുന്നത് വെർബൽ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇതിന്റെ സബ് ടെസ്റ്റുകളും ഫാക്ടേഴ്സും ആണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് പി ജെ ടെസ്റ്റിൽ ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഇതൊന്നുമല്ല ഫസ്റ്റ് ടെസ്റ്റ് വളരെ സിമ്പിൾ ടെസ്റ്റുകളായിരുന്നു ഇപ്പൊ ഇതിന്റെ ഈ ഫിഫ്ത് റിവിഷൻ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എഡിഷൻ എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ത്രീയിൽ നടത്തിയിട്ടുള്ള എഡിഷൻ എന്ന് പറയുന്നത് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജ് സബ് ടെസ്റ്റുകളിലൂടെ മെഷർ ചെയ്യപ്പെടുന്നതാണ് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് എന്നതാണ് അപ്പോൾ this another sub test sorry another intellectual test that is also commonly used world wide for measuring the general mental ability especially fluid reasoning knowledge quantitative reasoning visual spatial processing working memory ഈ ഓരോ സബ് ടെസ്റ്റിൽ നിന്നും ഇപ്പൊ നമ്മൾ എന്താണോ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ വ്യക്തിയുടെ ഫ്ലൂയിഡ് റീസണിങ് എന്താണ് നോളജ് എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്താണ് വിഷ്വൽ പ്രോസസ് സ്പേഷ്യൽ പ്രോസസ്സിങ് എന്താണ് വർക്കിംഗ് മെമ്മറി എന്താണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർബൽ ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ നോൺ വെർബൽ ടെസ്റ്റുകളുണ്ട് അതിനകത്ത് പെർഫോമൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നില്ല അതിന്റെ വ്യത്യാസം എന്താണ് വെർബലിന്റെയും നോൺ വെർബലിന്റെയും പെർഫോമൻസിന്റെയും what is the difference verbal verbal non-verbal and performance test intelligence intelligence intelligence ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾ കഴിഞ്ഞ വർഷം എന്താണ് ടെസ്റ്റുകൾ വെർബലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം സോറി ആ വെർബൽ ടെസ്റ്റുകളുണ്ട് നോൺ വെർബൽ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചത് വെർബലും നോൺ പെർഫോമൻസും ആണ് ഞാൻ നേരത്തെ ഈ ഫിസിക്കലി കാണിച്ചത് വിസ്കിന്റെ ഇന്റർവേഷനിൽ കാണിച്ചത് വെർബലായിട്ടുള്ള ടെസ്റ്റുകളുടെ ചില ഐറ്റംസും അതുപോലെ തന്നെ പെർഫോമൻസ് ടെസ്റ്റും what is the what is the content of the non verbal test എന്താണ് സാധാരണ നോൺ വെർബൽ ടെസ്റ്റിൽ ഏത് രീതിയിലുള്ള ഐറ്റംസ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് എങ്ങനത്തെ ഉള്ള ഐറ്റംസ് ആണ് നോൺ വെർബൽ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് Okay, so next is uh, another uh, intelligence test that is uh, Raven's progressive matrices. Yes, this uh, test was developed by John C. Raven in 1936. It's a non-verbal test. Simply, it is known as Raven's matrices. This used in measuring abstract reasoning and thereby estimating the fluid intelligence of What is the difference between crystallized intelligence and fluid intelligence? Okay, so another uh, widely used test that is uh, Raven's proximetrics, and this test is uh, used for the children from um, this is used for a uh, person in the age range five years to old and this is based on the Spearman's concept, uh, Spearman's G factor concept. G ഫാക്ടറും S factor Spearman's theory intelligence തിയറിയാണ് ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് there are two factors general factors and specific factors and this is based on the general factor theory proposed by Charles Spearman and this test has also three forms that is they are uh, Stanford sorry, standard progressive matrices, colored progressive matrices, and advanced progressive matrices. Standard progressive matrices, uh, this uh, test, uh, this booklet comprises five sets, that is A to E, or sub ടെസ്റ്റുകളാണ് സബ്സെറ്റുകളാണ് സോറി എ എന്ന് പറയുന്ന സബ്സെറ്റ് മുതൽ ഇ വരെയുള്ള സബ്സെറ്റ് അഞ്ച് സബ്സെറ്റുകളിൽ each subset there are twelve So a total of 12 into 5, that is there are 60 items. And these items are ordered in a, in a manner of increasing difficulty. ഓരോ ഐറ്റം കഴിയുന്തോറും ഡിഫിക്കൽറ്റി ലെവല് കൂടുതലായിട്ട് വരും all the items are presented in black ink on a white background ഞാനത് കാണിച്ചു തരാം കേട്ടോ progressive stand for sorry progressive medicine standard progressive medicine ഇതാണ് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സിന്റെ ഐറ്റം എന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ ഞാൻ എന്റെ കോപ്പി എടുത്തേക്കണ്ടാണ് കേട്ടോ ഇതിൽ ഇവിടെ ഇരിപ്പുണ്ട് ഇതിലിങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കണ്ടോ ഐറ്റം കണ്ടോ ഹലോ ആ കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലത്തെ ഉള്ള ഓരോ ആ ഓരോ ഐറ്റം ഉണ്ടാവും ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോ ഇതിനകത്ത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു പാറ്റേണിൽ ഇവിടെ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ടാകാം ഇതായിരിക്കും ബ്ലാങ്ക് അപ്പോൾ ഇവിടെ വരുന്ന പാറ്റേൺ ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് നോക്കിയിട്ട് ഇത്ര നോക്കിയതിന് ശേഷം ഓരോന്നിൽ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒമ്പതാമത്തത് സാധാരണ നമ്മൾ ഈ അബ്സ്ട്രാക്ട് ടെസ്റ്റിലൊക്കെ ചെയ്യുന്നതാണ് ഒമ്പതാമത്തെ പാറ്റേൺ ഏതാണെന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആൻസർ ഈ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നിന്ന് ഈ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നിന്ന് ഇവിടെ വരുന്നത് ഏതാണെന്നുള്ളത് ഈ ബ്ലാങ്ക് കോളത്തിൽ വരുന്നതാണ് ഇതുപോലെ ഇതുപോലത്തെ അറുപത് എമൗണ്ട് അറുപത് ഐറ്റം കൊണ്ട് എ മുതൽ ടി വരെയുള്ള ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും ഓരോ സബ് ടെസ്റ്റിലും പന്ത്രണ്ട് എണ്ണം വെച്ചുണ്ടാകും എന്ന് പറഞ്ഞത് ഓരോ ഐറ്റം കഴിയുന്നതോറും ഡിഫിക്കൽറ്റി ലെവൽ കൂടി കൂടി വരും അപ്പോൾ ഈ ഡിഫിക്കൽറ്റി ലെവൽ കൂടുന്തോറും സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അപ്പൊ ഇത് ലെവല് കൂടി വരുന്ന സമയത്ത് മൊത്തം അറുപതാണ് നമുക്ക് ആൻസർ ചെയ്യണം അതിനുശേഷം എത്ര അതിനകത്ത് കറക്റ്റ് ഉണ്ട് എന്ന് നോക്കും ഈ കറക്റ്റ് ഉള്ള നിങ്ങൾക്ക് മാനുവൽ ഉണ്ട് ഈ മാനുവലില് മാനുവലിൽ എന്റെ നോംസ് കൊടുത്തുണ്ടോ ഞാൻ അത് കാണിച്ചു തരാം ഇത് വെച്ചിട്ടാണ് അത് സ്കോർ ചെയ്യേണ്ടത് ഇതാണ് സ്കോറിംഗ് ചെയ്യാനുള്ള സ്കീം സോറി സ്കോറിംഗ് എന്ന് എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ടോ എയുടെ ആൻസർ ബിയുടെ ആൻസർ സിയുടെ ആൻസർ ഡിയുടെ ആൻസർ ഇ ആൻസർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല ഈ ഇതിൽ റൈറ്റ് കണ്ടു നോക്കിയതിന് ശേഷം ഇതിൽ മാനുവലില് മാനുവലില് ഓരോ ഐറ്റത്തിനും യെസ് ഇതാണ് ഇതിന്റെ മാനുവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ മാനുവലിൽ നോക്കിയതിന് ശേഷം മാനുവലിൽ നമുക്ക് കിട്ടിയേക്കുന്ന റോക്ക് സ്കോർ അനുസരിച്ചിട്ട് അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള നോംസിൽ എത്ര പെർസെൻറ്റേജാണ് നോക്കുന്നത് ആ പെർസെൻറ്റേജ് പിന്നെ ഐക്യുലേക്ക് കൺവേർട്ട് ചെയ്യും ഇതാണ് ഇതിന്റെ രീതി റേവൻസ് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെത്തേഡ്സ് മൂന്ന് വേർഷൻസ് ഉണ്ട് അതിലിപ്പോ ഞാൻ കാണിച്ചത് റേവൻസ് പ്രോഗ്രസീവ് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മെട്രിക്സിലാണ് ഓക്കെ അടുത്തത് so it's Raven's standard progressive matrix മൂന്നെണ്ണത്തിൽ standard progressive S P M എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ എസ് പി എമ്മില് ആണ് ഇതുപോലെ തന്നെ എ ടു ഇ അഞ്ച് സബ്സെറ്റ് ഉള്ള പന്ത്രണ്ടെണ്ണം വീതമുള്ള അഞ്ച് സബ്സെറ്റ് ടോട്ടൽ അറുപതെണ്ണം ഉണ്ടാവും അറുപതെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്രീസിങ് ഡിഫിക്കൽറ്റിയിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതെല്ലാം തന്നെ ഇത് ഇത് black and white black and white ആണ് ഈ പാറ്റേൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാറ്റേണിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട് സോറി ബ്ലാങ്ക് കോളം കൊടുത്തിട്ടുണ്ട് ആ ബ്ലാങ്ക് കോളത്തിൽ താഴെ എന്നുള്ള ഓപ്ഷൻ ഏതാണ് നമ്മൾ ഇട്ടുക സാധാരണ നമ്മൾ പല ടെസ്റ്റുകളിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഓക്കെ ഇനിയും next is the coloured progressive matrices that is designed for children from the age five to eleven and this test contain set A A B and B from the standard matrices with a set of tall white ഇവിടെ മൂന്നെണ്ണം ഉള്ളൂ എയും എ ബിയും ബിയും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോറി കളയുടെ സ്റ്റാൻഡേർഡ് ഞാൻ നിങ്ങൾ എടുത്തില്ല കേട്ടോ അപ്പുറത്ത് എടുത്തിട്ടാണ് അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഇതിട്ടല്ലോ പാറ്റേൺ തന്നെ ഉണ്ടല്ലോ ഞാൻ എടുത്തില്ല സോറി ആ പാറ്റേൺ തന്നെ ആ പാറ്റേൺ തന്നെ കളറിൽ കളറിലുള്ള പാറ്റേൺ എന്ന് കുട്ടികൾക്ക് പറ്റുന്ന കളറിലുള്ള പാറ്റേൺ ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാൻഡേർഡ് പ്രോസി മെട്രിക്സിൽ കാണിച്ചിരുന്നതിനേക്കാളും ഡിഫിക്കൽറ്റി ലെവൽ കുറവുള്ള കളറിലുള്ള പാറ്റേൺ അപ്പൊ കളറാകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റും പല രീതിയിലുള്ള കളർ കൊടുത്തു അതിനകത്ത് റെഡ് ഉള്ളതുണ്ട് ദെൻ ബ്രൗൺ ഉണ്ട് റെഡ് ബ്രൗൺ പിന്നെ യെല്ലോ അങ്ങനത്തെ പല രീതിയിലുള്ള കളർ കൊടുത്തിരിക്കുന്നു അത് കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി കളർ കൊടുത്തിരിക്കുന്നു മാത്രമാണ് കാരണം ഈ ഒരു ഏജ് റേഞ്ചിലായതുകൊണ്ട് ഈ ഫൈവ് ടു ഇലവൻ ആയതുകൊണ്ട് കളേർഡ് പ്രോഗ്രസീവ് മെട്രിക്സ് എന്ന് പറയും പ്രോഗ്രസീവ് തന്നെയാണ് that is used for the children with coloured matrices and there are three subset and in each subset there are twelve items അപ്പൊ അങ്ങനെ total twelve into three that is 36 item in colored progressive matrices. And next is advanced progressive matrices. This matrices is this test is used for above average intelligence. There are also 36 item, three sets of 12 item, items presented in black ink on a white background and uh, become increasing difficulty as progress is made through each test. സാധാരണ നമ്മൾ ഒരു ഇപ്പോൾ ഒരു അഡൾട്ട് ആണ് പേഷ്യൻ്റ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു ഏർലി അഡൾട്ട് ഉള്ള ഒരാളൊക്കെയാണ് വരുന്നതെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്സിമേറ്റിക്സ് കൊടുത്തു നോക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പേഷ്യന്റ് വരുന്ന സമയത്ത് ആളായിട്ട് സംസാരിക്കുന്നത് തന്നെ സാധാരണ രീതിയിൽ എബോവ് അവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്സിമേറ്റിക്സ് കൊടുക്കില്ല അഡ്വാൻസ്ഡ് പ്രോക്സിമേറ്റിക്സ് ആണ് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോക്സിമേറ്റിക്സ് കൊടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നിർത്തും അത് നിർത്തിയതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ അഡ്വാൻസ്ഡ് പ്രോഗ്രസിവിറ്റി കാരണം അത് ആവറേജ് എബോ ആവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് അഡ്വാൻസ്ഡ് പ്രോഗ്രസീവ് മാർക്സിസം മറ്റേതിനേക്കാളും കുറച്ചുകൂടി നമ്മൾ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവലുള്ളതായിരിക്കുള്ളൂ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതില് ഇപ്പൊ ആവറേജ് ഇന്റലിജൻസ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഐറ്റംസ് കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലുള്ള ഐറ്റംസ് നോക്കൂ കാണാൻ പറ്റുന്നുണ്ടോ സെയിം തന്നെ സെയിം ബ്ലാക്ക് ആൻഡ് ഉള്ളത് തന്നെ തന്നെ കുറച്ചും കൂടി ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ ഈ അഡ്വാൻസ് പ്രൊസി മെട്രിക്സിൽ കൊടുത്തു ഉള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ് ഒമ്പതെണ്ണം കൊടുക്കും അത് സോറി എട്ടെണ്ണം കൊടുത്തതിന് ശേഷം ഒമ്പതാമത്തെ കോളത്തിൽ ഏതാണ് വരുന്നതെന്ന് ചോദിക്കും അത് the subject has to choose from the below given options ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത് ഇതുപോലെ തന്നെ ഇത് മുപ്പത്തി ഉള്ളൂ പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട് സാധാരണ ചെയ്യാൻ പോലെയല്ല ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇരിക്കൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അപ്പൊ ഇത്രയും മൂന്ന് വേർഷൻസ് ആണ് Stanford Stanford sorry Raven's progressive matrices ഉള്ളത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളത് സാധാരണ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള അഡൽട്ടിനുള്ളത് എബോവ് ആവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള അഡൽട്ടിനുള്ളത് ഈ അവസാനം കണ്ടത് കുട്ടികളുടെ അല്ല കേട്ടോ കളയുടെ കുറച്ച് മാറ്റിസ് മാത്രമുള്ള കുട്ടികളുടെ ഉള്ളത് മറ്റത് രണ്ടും അഡൽട്ട് ഗ്രൂപ്പിന്റെ ആണ് പക്ഷെ ഇവിടെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ സ്പിയർമാൻ്റെ ജി കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ആണുള്ളത് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വളരെ ഡീറ്റെയിൽഡ് ഒന്നും നോക്കാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ പൗർസി മെറ്റിസ് ആണ് കൊടുക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ജനറലായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടണം ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എത്ര അല്ലെങ്കിൽ ഒരു ഒരു ജി ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് general factor intellectual capacity general factor എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ മറ്റേതൊക്കെ ഒത്തിരി സമയം വേണ്ടി ഒരു കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള വേസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് സബ് ടെസ്റ്റുകൾ ഈ പതിനൊന്ന് സബ് ടെസ്റ്റുകൾ ചെയ്ത് അത് പേഷ്യൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് പിന്നെ അത് സ്കോർ ചെയ്തിട്ട് അതിന് ഇൻ്റർപ്രറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ വേണ്ടി വരും ചെയ്യാൻ തന്നെ ഒരു ഓരോ ടെസ്റ്റിനും ഓരോന്നിനും ഡിഫറെൻ്റ് ആണ് എൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒത്തിരി സമയം വേണ്ടി വരും പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലെവലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ് റേവൻസ് പ്രോഗ്രസീവ് മെട്രിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുപ്പത്താറോ അല്ലെങ്കിൽ അറുപതോ ഐറ്റംസോ ഒക്കെ ഉള്ള ടെസ്റ്റ് ആണ് ആ ടെസ്റ്റിൽ നിന്ന് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയാണ് സാധാരണ രീതിയിൽ ക്ലിനിക്കൽ മേജറായിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഈ ഓരോ തിയറി തിയറിറ്റീഷ്യൻസും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇന്റലിജൻസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അവരുടെ തിയറി അനുസരിച്ചിട്ട് ഇന്റലിജൻ കപ്പാസിറ്റിയോ മെന്റൽ എബിലിറ്റിയോ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ള ടെസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രൊഫഷണൽ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റിന്റെ തിയറി സൈക്കോളജിന്റെ ഡെഫിനേഷൻ ആണ് വൈഡ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യപ്പെടും അഗ്രിഗേറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് അല്ല സോറി എന്താണ് act purposefully think effectively and deal think rationally and deal effectively with the environment ആ ഡെഫിനേഷൻ uh, uh, uh, അപ്പൊ ആ ഡെഫിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓഷ്ലർ സ്കെയിലിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റാവൻസിനും ഇന്റലിജൻസിനെ പറ്റിയിട്ടുള്ള നോഷൻസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് റേവൻസിൻ്റെ പ്രോഗ്രസിമിറ്റിസ് എന്ന് പറയുന്നത് സ്പിയർമാൻ്റെ തിയറിയിൽ ബേസ് ചെയ്തിട്ടാണ് പോലും റേവൻസിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് so another test for assessment the mental ability of the children that's known as Kaufman assessment battery കോഫ്മാനെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇക്വബിലിറ്റി സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും കോഫ്മാൻ്റെ തിയറിയാണ് and this test was developed by Alan S. Kaufman and Nadine L. Kaufman in 1983 and it was revised in 2004. Its uh, latest revision is known as KABC second. And this test is uh, used to measure the processing and cognitive abilities of children and adolescents in the age range of 3 to 13 years. Here in this test, there are, there are five global scale and they are sequential processing, simultaneous processing learning ability planning ability and crystallised ability ഇത്രയും ഗ്ലോബൽ സ്കെയില് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന കൊഗ്നിറ്റീവ് എബിലിറ്റി മെഷർ ചെയ്യപ്പെടുന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിങ് എങ്ങനെയാണ് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയാലോ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കൊഗ്നിറ്റീവ് ലെവലിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് സൈമൾട്ടേനിയസ് പ്രോസസ്സിങ് സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒരേ സമയത്ത് തന്നെ പ്രോസസ്സ് ചെയ്യും അപ്പോൾ ബ്രെയിൻ സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സിങ് നടത്തുന്നുണ്ട് നമ്മളൊരു ഫിലിം കാണുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സിങ് ആണ് പലപ്പോഴും നടക്കുന്നത് കാരണം വിഷ്വലും ഓഡിറ്ററിയും സിമിലർ ആയ സോറി സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെർസെപ്ഷനും കൊഗ്നീഷനും നടക്കുന്നുള്ളൂ ചില കാര്യങ്ങൾ സീക്വൻഷ്യൽ ആയിട്ട് മാത്രമേ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അർത്തമെറ്റിക് പ്രോബ്ലംസ് ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സിങ് ആണ് അതിനാണ് നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസിംഗ് ആണ് നടക്കുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സിംഗ് നടക്കുന്നില്ല പക്ഷെ നമ്മൾ കുറേ കൂടി ഫെമിലർ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ സൈമിൾട്ടേനിയസ് ആയിട്ട് പല കാര്യങ്ങളും പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ സീക്വൻഷ്യൽ പ്രോസസ്സിങ്ങും സൈമിൾട്ടേനിയസ് പ്രോസസ്സിങ്ങും ഒരാളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരാളുടെ ലേണിംഗ് എബിലിറ്റി എത്രമാത്രം എന്നുള്ളത് പ്ലാൻ ചെയ്യാനുള്ള എബിലിറ്റി ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എബിലിറ്റി എങ്ങനെയൊക്കെ നോക്കുന്ന രീതിയിലുള്ള ഗ്ലോബൽ സ്കെയിൽ വെച്ചിട്ട് നോക്കുന്ന ഒരു ഒരു ടെസ്റ്റാണ് കോഫ്മാൻ അസസ്മെന്റ് ബാറ്ററി എന്ന് പറയുന്നത് ഈ ബാറ്ററിക്ക് ഇതുപോലെ തന്നെ പല സബ് ടെസ്റ്റുകളുണ്ട് ആ സബ് ടെസ്റ്റിൽ നിന്ന് ഈ ഗ്ലോബൽ സ്കെയിൽ നോക്കുന്നത് അത്ര വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല അതിൻ്റെ സബ് സ്കെയിലിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് okay next is differential ability scale and its uh, current version is the second edition. Uh, can be administered to children from the age uh, second to 17 years old. The early years core battery includes verbal, non-verbal, and spatial reasoning subtests appropriate for age two years and six months to six years and 11 months. എൻ്റെ ഏർലി ഇയേഴ്സിൻ്റെ കോർ ബാറ്ററി എന്ന് പറയുന്നത് കോർ ബാറ്ററി എന്നോട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്പർ ഓഫ് സബ് ടെസ്റ്റ് ഉള്ള ടെസ്റ്റുകളെയാണ് അല്ലെങ്കിൽ സബ് ടെസ്റ്റുകളുള്ള ടെസ്റ്റുകളെയാണ് ബാറ്ററി എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ഏർലി ഇയേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏജിലുള്ളത് അതായത് രണ്ടര വയസ്സ് മുതൽ ഏകദേശം ഒരു ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അതിന്റെ early year differential ability scale ഇനി അതിന്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട് സ്കൂൾ ഏജ് ലെവൽ നോളേജ് ലെവലിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ്ങും സ്പേഷ്യൽ റീസണിങ് എബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കൂൾ ഏജ് ലെവലിലുള്ള ടെസ്റ്റുകളുണ്ട് it provide the general conceptual ability score it is a composite score focusing on reasoning and conceptual ability രണ്ട് വേർഷൻസ് ആണ് ഉള്ളത് ഏർലി ഇയർ എന്ന് പറയുന്ന ഒരു വേർഷൻസും ഏകദേശം ഏഴ് വയസ്സിലുള്ള വേർഷൻസും അതിനുശേഷം ഏഴുമുള്ളൊരു പതിനേഴ് വയസ്സ് വരെയൊക്കെ ഒരു പ്ലസ് ടു ലെവലിലൊക്കെ വരെ വരെയുള്ള കപ്പാസിറ്റികൾ കുട്ടികളുടെ കപ്പാസിറ്റി കൺസെപ്റ്റൽ എബിലിറ്റി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ടെസ്റ്റുകളാണ് ഡിഫറൻഷ്യൽ എബിലിറ്റി സ്കെയിലിൽ ഉള്ളത് and another mental ability test that is Das Naglieri cognitive assessment system ഈ തിയറി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഡാസ് നെഗ്ലേരി ഇന്റലിജൻസ് തിയറി പഠിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് തിയറി പഠിച്ചിട്ടുണ്ട് and this test is used for children and adolescent in the age from 5 to 17 years designed to assess the planning class theory ആണ് അത് മോഡലാണ് ക്ലാസ് തിയറി ആണ് ക്ലാസ് തിയറിയിൽ വരുന്ന ഓരോ കമ്പോണൻസും ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത് planning attention simultaneous and successive കുക്കി പ്രോസസ് ഇതാണ് ഈ ഡയറിയുടെ തിയറി എന്ന് പറയുന്നത് അപ്പൊ ഈ തിയറിയെ ബേസ് ചെയ്തിട്ട് ഈ തിയറിയിൽ പറയുന്ന കമ്പോണൻസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് and that's an Greek cognitive assessment system, CAS. I can of three sectors, each a scale. So, scale of scale in ഇതിനകത്ത് നാല് കമ്പോണൻസ് ആണുള്ളത് ഈ നാല് കമ്പോണൻസിന് ഓരോന്നും ടെസ്റ്റ് ആണുള്ളത് ടോട്ടൽ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഫസ്റ്റ് പറയുന്ന നാല് കമ്പോണൻസിന്റെ മേൽ ചെയ്യാൻ പറ്റുന്നതിനുള്ള സ്കെയില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഓരോ കപ്പാസിറ്റിയും ഒരാളുടെ പ്ലാനിങ് എങ്ങനെയാണ് അറ്റൻഷണൽ കപ്പാസിറ്റി എത്രയാണ് സൈമൾട്ടേനിയസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സക്സസീവ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ പ്രോസസ്സ് സക്സസീവ് ആയിട്ടുള്ള കുഞ്ഞി പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കുഞ്ഞി പ്രോസസ്സ് ഒരാളിൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഒരാൾ എത്രമാത്രം ഈ സക്സസീവിലോ സൈമൾട്ടേനിയസിലോ എത്രമാത്രം വീക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത് ഡി ഐ എസ് എന്ന് പറയുന്ന സ്കെയിൽ ഇത്രയും സ്കെയിലുകളാണ് ഇന്റലിജൻസും ജനറൽ മെന്റൽ എബിലിറ്റിയിലും വരുന്നത് സ്കെയിൽ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സ്കെയിലും അതുപോലെ തന്നെ അതിന്റെ സബ് ടെസ്റ്റുകളൊക്കെ പൈഹാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഇതിപ്പോ എത്രയും എല്ലാ സ്കെയിലും നമ്മൾ ഓർത്ത് ഇങ്ങനെ മനസ്സിലാക്കി ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് സ്ഥിരമായി ആയിട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ടെസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ കാരണം ഈ ടെസ്റ്റ് ആയിട്ട് ഫെമിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഇത് ഓർത്തിരിക്കാൻ കാരണം മറ്റേതുപോലെ അല്ല പേപ്പർ അല്ല പത്തോളജിയോ തെറാപ്പി പോലെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടേതായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഇതല്ല ഈ പേപ്പർ അല്ല കാരണം ഇതിനെന്ന് പറഞ്ഞു ഓരോ സ്കെയിലിനും അതിൻ്റെതായിട്ടുള്ള സബ് സ്കെയിലും സ്കെയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് സബ് സ്കെയിലും എഴുതാൻ അപ്പോൾ എന്താണ് വേസ്റ്റ് എത്ര സ്കെയിലുണ്ട് സ്കെയിലുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഡിഫറബിലിറ്റി സ്കെയിൽ എത്ര ഉണ്ടെന്നുള്ളത് പിന്നെ ആ മറ്റേ പ്രോഗ്രസീവ് മെട്രിക്സിൽ റെലവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് അതായത് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ ഫെമിലറൈസ് ചെയ്തെങ്കിലും നമുക്കിത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പറാണിത് ആ പേപ്പറിൽ ഓരോ ടെസ്റ്റും ആ ടെസ്റ്റിൽ എന്തിനാണ് ആ ടെസ്റ്റിൽ വരുന്ന സബ് സ്കെയിൽ ഏതാണ് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയർ അഡ്മിനിസ്ട്രേഷൻ സ്കോറിങ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാരണം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡയഗ്നോസ് ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത് അതല്ലാതെ ഇപ്പൊ ടീച്ചർ പറയുകയാണ് ഒരു സ്റ്റുഡൻറ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി തന്നെയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഏത് ഏരിയയിലാണ് പ്രശ്നം എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഏരിയയിൽ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഏതെങ്കിലും ഗുണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഇല്ല ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ട് നമ്മൾ എടുത്തിട്ട് ആ കുട്ടിയുടെ റെമഡികൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടുന്നു കിട്ടില്ല എന്നല്ല കേട്ടോ എഫക്റ്റീവ് എന്തെങ്കിലും ചെറിയ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയയും വളരെ ഫൈനായിട്ട് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പോസിബിൾ ആവുകയുള്ളൂ അങ്ങനെ ടീച്ചർ പറഞ്ഞ എൽ ഡി ആണെന്ന് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ എ ഡി എച്ച് ഡി ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഫീൽ ചെയ്തുകൊണ്ട് കാര്യമില്ല കുറച്ചും കൂടി എന്താണ് ഒരു സയന്റിഫിക് രീതിയിലുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് സയന്റിഫിക് രീതിയിലുള്ള മാനേജ്മെന്റ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഓരോ ഏരിയയിലുള്ള സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും ഇനി ചിലതൊക്കെ കമ്പയിൻ ചെയ്ത് വരും കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില ഏരിയസ് ഒക്കെ ഇതിനകത്ത് കമ്പയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ പോസിബിൾ ആവുകയുള്ളൂ ഇതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര സ്കെയിലുകളുണ്ട് ഇതിങ്ങനെയാണ് മെഷർ ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്ന് ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കപ്പെടുന്നത് അതനുസരിച്ചിട്ട് ആ ഏരിയനെ ഫോക്കസ് ചെയ്യാം വളരെ ഏതെങ്കിലും ഏരിയ വളരെ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കാം ഇപ്പൊ simultaneous of X ecology plus ചില കുട്ടികൾ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും പക്ഷെ പ്ലാനിങ് അറ്റൻഷൻ ഉണ്ടാവണമെന്നില്ല ഈ പ്ലാനിങ് അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകും അപ്പോൾ അവിടെ സൈമൾട്ടേനിയസ് അഗ്രസീവ് കോഗ്നേറ്റീവ് പ്രോസസ്സിനെ കുറെ പ്ലാനിങ് അറ്റൻഷനെയും ഇംപ്രൂവ് ചെയ്യാനുള്ള അങ്ങനെ റെമഡികൾ മാത്രമേ കാര്യമായിട്ടുള്ള വ്യത്യാസം സാധ്യതയുള്ളൂ Okay, So these tests are uh, mainly used for assessing the problem with uh, intellectual capacity and mental abilities. It's prominent in these days among the children, especially ADHD and learning disability. Many of parents uh, teachers are not aware of this problem. This various area of cognitive research discussed so far. Mention in this sub ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് ആണോ അറ്റൻഷൻ ആണോ സെക്സീവ് ആണോ സൈമൾട്ടേനിയസ് ഈ പ്രോസസ് ആണെന്ന് അറിയാൻ പറ്റില്ല ക്ലാസ്സിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാറി പറയാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ എഴുതുന്നത് തെറ്റിക്കും റൈറ്റിങ്ങും വരുന്നു അല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല തീരെ അത് ഏത് ഏരിയയിലാണ് നമ്മൾ മനസ്സിലാക്കാൻ തന്നെ ആദ്യം പോലത്തെ ഓരോന്നും ഓരോ ഓരോ പർപ്പസ് ഓരോ ഒബ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ എൽ ഡി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ആയിരിക്കണമെന്നില്ല മറ്റേതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും അപ്പൊ ഓരോന്നും ഡിഫറെന്റ് ആയിട്ടാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമുക്ക് അടുത്തത് ഇനിയും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് ഏരിയയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് കൊമ്മ്യൂണിറ്റി ഫങ്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ജനറൽ മെന്റൽ എബിലിറ്റിയും ഇന്റലിജൻസും രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് ന്യൂറോ സോറി മെയിനായിട്ട് സൈക്കോ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്യുന്ന another important area is personality പേഴ്സണാലിറ്റിയും ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പേപ്പർ പഠിച്ചിട്ടുള്ളതാണ് ഓരോ പേഴ്സണാലിറ്റി കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്കവാറും പേഴ്സണാലിറ്റി തിയറിറ്റീഷ്യൻസ് എല്ലാം തന്നെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നുള്ള ഇൻവെന്ററി ഉണ്ടായിട്ട് ഇൻവെന്ററി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ചില പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് സോറി ഇൻവെന്ററീസും അതുപോലെ തന്നെ പ്രോജക്റ്റീവ് ടെസ്റ്റുകളൊക്കെയാണ് ഓക്കെ ഇതിൽ മെയിനായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് പേഴ്സണാലിറ്റി അസസ്മെന്റിനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും പ്രൊജക്റ്റീവ് ഡിസ്റ്റുകൾ എന്ന രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രി എന്നും പ്രൊജക്ട് ടെക്നിക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇൻവെൻ ഡിവൈഡ് ചെയ്യാം പേഴ്സണാലിറ്റി ഇൻവെൻട്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു the subject has to or the person has to uh, respond to the item given in the inventory. ഇവിടെ ഇൻവെന്ററി എന്ന് ഉപയോഗിക്കപ്പെടുന്നത് ചിലപ്പോൾ ഇൻവെന്ററി ആവാം ക്വസ്റ്റിനർ ആട്ടോ ഒബ്ജക്റ്റ് ടൈപ്പ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത് ഇൻവെന്ററി തന്നെ ആയിരിക്കും ചില ക്വസ്റ്റിനെയർ പറയുന്നത് ചില ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇൻവെന്ററി ക്വസ്റ്റിനെയർ അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് ഇത് തന്നെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ ഈ ഡിഫറൻഷ്യൽ രീതിയിൽ എങ്ങനെയാണ് ഐറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് based on that arrangement or based on the nature of the items, we can divide the personality inventory, behavior checklist, or personality questionnaire, etc. And the major personality inventory that is used in clinical setting is first one that is uh, Minnesota multiphasic personality inventory. This uh, inventory was developed uh, by Hathaway and uh, McKinley. They were the professor of Minnesota University, and this test was developed in 1943. This test is commonly used for assessing the personality characteristics of adult and also to understand the psychopathology behind the psychological disorder. And this help this test helps to uh, helps to make the treatment plan and also with uh, with uh, uh, helping uh, the other professionals like a psychiatrist in differential diagnostics process ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താണെന്ന് പറഞ്ഞത് സിമിലർ സിംറ്റംസ് ഉള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ ഡെലൂഷൻ ഡിസോർഡർ ആണോ എന്നുള്ളത് ഇപ്പോൾ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ for example schizoid personality disorder അല്ലെങ്കിൽ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു ഒരുപക്ഷെ ഡെലൂഷൻ ഉണ്ടാകാം പക്ഷെ ആ delusion it is not the part of the psychotic feature personality ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യത്തിൽ whether it is delusional or personality disorder the mental health professional may be confused with diagnosing these two categories. In such a situation, this type of personality test helps to help the uh, help uh, the uh, professional to make the proper diagnosis. അത് അത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുക എന്ന് പറഞ്ഞപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഡെലൂഷൻ സൈക്കോട്ടിക് ഫീച്ചർ ഉള്ള ഡെലൂഷൻ എന്ന് പറഞ്ഞതിന് ശേഷം മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരുപക്ഷെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവും തിരിച്ചും അങ്ങനെ തന്നെ സംഭവിക്കാം ഡെലിഷണൽ ഡിസോർഡർ ഉള്ള ഒരാളെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള ഫാർമക്കോളജിക്കലായുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ അത് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഈ മിനസെറ്റ പേഴ്സണാലിറ്റി ഇൻവെന്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് and this test was revised by its uh, latest revision, uh, that is MMPA second. In uh, MMPA second, generally in 1989, and the version for this adolescent, that is MMPA A, MMPA 4, adolescent was published in 92, and it's an alternative version, MMPA 2, published in 2008. ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടു തൗസൻഡ് എയ്റ്റ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഫോർട്ടി ത്രീയിൽ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റുകൾ പിന്നെ അത് റിവേഴ്സ് ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ സെക്കൻഡ് റിവിഷന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഉപയോഗിക്കുന്നത് അത് തന്നെ അഡോളസെൻറ്റിൻ്റെ ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എം എം പി എയിൽ മിനിസ്റ്റർ മൾട്ടിഫിക്സൽ പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്ന് പറയുന്ന ടെസ്റ്റിന്റെ രണ്ട് form and it this original clinical scale were design to measure the common area. Irrelato area and all this. There are 10 subscales in this personality inventory. System P F ഒക്കെ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത പോലെ സിസ്റ്റം പി എഫ് പോലെ സിസ്റ്റം പേഴ്സണാലിറ്റി ഫാക്ടർ പോലെ ഇവിടെ പത്തെണ്ണമാണ് ഉള്ളത് പത്ത് സബ് സ്കെയിലാണ് ഉള്ളത് പത്ത് സബ് സ്കെയില് ഇതിനെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന ഐറ്റംസ് ആണ് മിനിസെറ്റ മറ്റു ഏകദേശം ഒരു അഭിനിസറ്റ വലിയ ടെസ്റ്റാണ് ഏകദേശം അതിന്റെ പഴയ ഫോമിൽ ഒരു നാനൂറ്റി അഞ്ചോ മറ്റോ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല കാരണം പേഷ്യന്റിന് ഒരു ദിവസം ഇത്ര ഐറ്റംസ് ചെയ്യാൻ അപ്പൊ പലപ്പോഴും പല ഓരോ സെഷനിലും കുറേശ്ശെ കുറച്ച് ഐറ്റമാണ് നമ്മൾ ചെയ്യിക്കുന്നത് അങ്ങനെ ചെയ്യിച്ചതിന് ശേഷം എല്ലാവരും കൂടി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ സബ് സ്കോർ എങ്ങനെയാണെന്ന് നോക്കുന്നത് ആൻഡ് ഈ various sub scale in this inventory is first one is hypochondriasis in hypochondriasis, the measured aspect is concerned with bodily symptom. Hypochondria നിങ്ങൾ സൈക്കോപത്തോളജി പഠിച്ചിട്ടുള്ളതാണ് ഹൈപ്പോക്കോൺട്രിയ എന്ന് പറഞ്ഞത് over concern with the body symptom or suspecting the body symptom as some serious physical problem that is hypochondriasis അപ്പൊ ഇവിടെ ഹൈപ്പോക്കോൺട്രിയാസിസ് എന്ന് പറയുന്ന പത്തോളജി ഡിറ്റക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് ഈ ഹൈപ്പോപത്തോ അല്ല ഹൈപ്പോക്കോൺട്രിയാസിന്റെ ചെറിയ സിംറ്റംസ് എല്ലാവരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഒരു ഒരു ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ലക്ഷണം കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ രോഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തകൾ ഉണ്ടാകാം ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല ഹൈപ്പോട്രിയക്കൽ തിങ്കിങ് ഉണ്ടാവണമെന്നില്ല പക്ഷെ ഒരു പരിധി ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ബോഡിലി സിംറ്റംസിനെ പറ്റിയിട്ട് ബോഡിലി ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള ഓവർ കൺസേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം നോർമലിൽ ഒരു വ്യക്തിയിൽ ഹൈപ്പോകോൺട്രിയക്കൽ ആയിട്ടുള്ള എത്ര എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം similarly we can understand this kind of thinking, hypochondriacal thinking in person with some psychological disorder. That is, uh, the, the, uh, measuring aspect is concerned with bodily symptom. And second is depression. ഓരോന്നിനും അബ്രിവേഷൻ ഉണ്ട് കേട്ടോ അബ്രിവേഷൻ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് depression that is depressive symptoms depressive symptoms ഇതുപോലെ തന്നെയാണ് മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിപ്രസീവ് ഫീച്ചേഴ്സ് സാധാരണ സാഹചര്യത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ സാധാരണ നോർമൽ എന്ന് നമ്മൾ കരുതപ്പെടുന്ന ആൾക്കുണ്ടാകാനുള്ള സാഹചര്യം Next is hysteria, that is awareness of the problems and the vulnerabilities to the psychological problem, that is hysterical nature or hysterical uh, mm, symptom in certain um, psychological disorder and psychopathic deviance, conflict, the measuring aspect is conflict, struggle, anger, respect for society's rule. ഒരാൾ എത്രമാത്രം ഡീവിയന്റ് ആണ് സൈക്കോപ്പതിക്കലി എത്രമാത്രം ഒരാൾ ഡീവിയന്റ് ആണ് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് സൈക്കോപ്പതി എന്ന് പറഞ്ഞാൽ നോർമൽ സൊസൈറ്റിയുടെ റൂളിൽ നിന്നും ഓരോരുത്തരും എത്രമാത്രം ഡീവിയന്റ് ആണെന്നാണ് നോക്കുന്നത് അത് നോർമൽ നമ്മൾ കരുതപ്പെടുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഡീവിയേഷൻ നമ്മൾ സൊസൈറ്റിയിൽ വരുന്ന എല്ലാ റൂളും നമ്മൾ അനുസരിക്കാൻ തയ്യാറൊന്നുമല്ല ഈ may have conflict with the society rule the rule imposing on us by the society or uh, legal through some legal procedures. And then we, we may struggle with certain society's rules, or we may show the anger with the society rule. And sometimes we may respect അപ്പൊ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് എല്ലാ റൂളിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ കോൺഫ്ലിക്റ്റ് ആണോ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നുണ്ടോ അതിനോട് നമ്മൾ ആങ്കർ ചില കാര്യത്തിലൊക്കെ ഒരു പക്ഷേ നമുക്ക് ദേഷ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യപ്പെടുന്ന സബ് സ്കെയിലാണ് സൈക്കോപ്പതി ഡീവിയേഴ്സ് എന്ന് പറയുന്നത് next is masculinity or femininity, stereotypical masculine or feminine interest or behavior. Stereotypical ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞത് ഒരാൾ മസ്കുലിൻ ആണെന്ന് ചിന്തിക്കുന്നത് അല്ല ഒരാൾ മസ്കു ഇയാള് ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മസ്കുലിൻ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റീരിയോടിപ്പിക്കലാണ് ഒരു പുരുഷനായാലും ഇങ്ങനെ ആയിരിക്കും സ്ത്രീ ആയാൽ ഇങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീയുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം ഒരു പുരുഷന്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ചില സൊസൈറ്റിയുടെ ചില കാഴ്ചപ്പാടുണ്ട് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ബയോളജിക്കലായിട്ട് അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഇങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് ഒരു സ്ഥലത്തും പറയണമൊന്നുമില്ല ബയോളജിക്കൽ ലെവലിൽ കേട്ടോ ബയോളജിക്കൽ ലെവലിൽ രണ്ട് രീതിയിലുള്ള ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ജനിക്കും ബയോളജിക്കൽ സെക്ഷൽ ഓർഗനായിട്ട് മെയിലും ഫീമെയിലും ജീവിക്കും after that society has some rules society has some typical thinking about how a male behave or how a female അപ്പൊ ഇത് എത്രത്തോളം ഉണ്ട് ഒരാളിലുള്ള masculinity femininity based on stereotypical കേട്ടോ സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ് ആണ് അത് ഓരോ സൊസൈറ്റിയിലും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ ഇപ്പൊ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു stereotypical masculine sorry feminine behaviour ആയിരിക്കില്ല നമ്മുടെ പോലുള്ള ഈസ്റ്റേൺ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് there may be different concern regarding this masculine feminine another area another uh, subscale is uh, next next subscale is paranoia that is a level of trust auspiciousness and sensitivity നമ്മൾ എത്രമാത്രം മറ്റുള്ള ആളുകൾ നമ്മൾ എത്രമാത്രം ട്രസ്റ്റ് ഉണ്ട് മറ്റുള്ള ആൾക്കാരെ നമ്മൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് and how far we suspect other person or sensitive to other concern paranoia and next is psychasthenia it worry anxiety tension doubts and obsessiveness then schizophrenia ഇവിടെ രോഗം എന്ന രീതിയിലല്ല കേട്ടോ സ്കിസോഫ്രീനിയ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് സ്കിസോഫ്രീനിക് നേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത് ഓർ സ്കിസോഫ്രീനിക് ട്രേറ്റ് ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് that is odd thinking and social alienation സ്കിസോഫ്രീനിക്സിൽ എപ്പോഴും ഓഡ് തിങ്കിങ് ആണുള്ളത് സാധാരണ ഒരാൾ ചിന്തിക്കുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്കിങ് ആണ് നമ്മൾ സ്കിസോഫ്രീനിക്കിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓഡ് തിങ്കിങ് സിസോഫ്രേനിക്സ് ഉള്ള ആൾക്കാരിൽ മാത്രമല്ല സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഉള്ള തിങ്കിങ് അപ്പൊ ഇവിടെ സിസോഫേനിയ ഉദ്ദേശിക്കപ്പെടുന്നത് ഓട്ടിങ്കിങ് മാത്രമാണ് not the general time as described in psychopathology and next is hypomania that is level of excitability ഒരു ഒരാളുടെ എക്സൈറ്റബിലിറ്റി ലെവലും ഡിഫറെന്റ് ആയിരിക്കും ചില ആൾക്കാരുണ്ട് വളരെ എക്സൈറ്റഡ് ആയിരിക്കും ചില ആൾക്കാർ അതിനെ തിരിച്ച് ഓപ്പോസിറ്റ് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള and last is social introversion that is people orientation orientation in terms of extroverted or introverted as proposed by the Colbus Ayub ഇങ്ങ് പറഞ്ഞ രീതിയിൽ നമ്മൾ എത്രമാത്രം എക്സ്ട്രോവേർട്ടഡ് ആണ് എത്രമാത്രം സോഷ്യലി മിംഗ്ലിംഗ് ആണ് or how far we are socially withdrawn that is denoted by the introversion so these 10 subscale or these 10 common uh, nature of both the normal as well as uh, the psychopathological person with a psychopathological characteristics are measured by using this test in immunoseta multiphasic personality unit അപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണാലിറ്റി സാധാരണ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി പത്ത് നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നോർമൽ കേസിൽ ഇത് തന്നെ നമുക്ക് ഒരു പേഷ്യൻറ്റിൽ കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്ന ഓരോ നേച്ചറും ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്നാൽ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും നോർമലായിട്ട് കമ്പയർ ചെയ്ത സംബന്ധിച്ച് എന്ന് പറയുന്ന ട്രേറ്റ് സാധാരണ ഒരാളിൽ നിന്നും ഡിഫറെന്റ് ആയിക്കോളും അല്ലെങ്കിൽ for example person with depression more depressive symptoms when അപ്പോൾ ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടെൻ സബ്സ്കെയിലിനെ മെഷറിന് ശേഷം അതിന്റെ സബ്സ്കെയിലിന് പർട്ടിക്കുലർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഗ്രാഫ് ഇപ്പോൾ സിസ്റ്റം ബയോഗ്രാഫി ചെയ്തിട്ടുള്ളതൊക്കെ അപ്പം അതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ആ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഏത് പ്രശ്നമാണെന്ന് കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന ഡയമെൻഷൻ ആ ഏരിയ ഒരു സ്കോർ ഇനി അടുത്ത എന്ന് പറയുന്ന ഡയമെൻഷനിൽ വരുന്ന സ്കോർ ഓരോ സെപ്പറേറ്റ് നോക്കുന്നത് രോഗം സമയത്ത് രോഗം സമയത്ത് ഒരാൾക്ക് തെറ്റി അല്ലെങ്കിൽ പത്തി എല്ലാതും പ്ലോട്ട് വരയ്ക്കുന്ന ഒരു ആ ലൈഗ്രാം നമ്മൾ മൊത്തം കൺസിഡർ ചെയ്തതിന് ശേഷം ഈ അശ്ന അല്ലെങ്കിൽ പാരനോയിയൽ കവറേജ് ആണ് ലോയാണ് അങ്ങനത്തെ അങ്ങനെ നമ്മൾ ഡയഗ്നോസ് ഒരു ലോകത്തിലേക്ക് എത്താറില്ല നമുക്കിവിടെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഒരു പർട്ടിക്കുലർ ആണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പൊ പർട്ടിക്കുലർ ഡയഗ്നോസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ have to consider the graph for the plot each dimension in comprehensive then only we can we can make an inference about അപ്പൊ ഒരു പേഷ്യന്റിന്റെ ഒരു പ്രോബ്ലം നമ്മൾ കാണാണ് മാസ്കുലിനിറ്റി ഫെമിനിറ്റി എന്നൊക്കെ പറഞ്ഞത് ഈ പത്ത് സ്കെയിലിൽ നിന്ന് we are able to identify a particular diagnosis diagnosis the patient is having the problem of hypochondriasis or the patient is having having the symptoms of depression hmm, or schizophrenia or paranoid uh, paranoid personality or paranoid schizophrenia ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ ലെവലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ അബ്നോർമാലിറ്റി കാണാം എന്നുള്ളത് ഇനി ചില ആളുകൾ ഒരുപക്ഷെ ഇതിനകത്ത് ചില ഏരിയക്ക് ഒരുപക്ഷെ കൂടുതലായിരിക്കും മറ്റുള്ള ഏരിയ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ സോഷ്യൽ ഇൻട്രോവേഷനിൽ ഒരാൾക്ക് ഹൈ എക്സ്ട്രോവ സോറി ഇൻട്രോവേഷൻ കിട്ടി പക്ഷേ ഡിപ്രസീവ് സിംറ്റംസിൽ ഡിപ്രസീവ് സിംറ്റംസിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് അല്ലെങ്കിൽ ഹിസ്റ്റീരിക്കൽ ഇതിനകത്ത് ഹൈ കിട്ടി അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ടോട്ടാലിറ്റീനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ഇതിന്റെ ടോട്ടാലിറ്റീനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുറെ അധികം പേഷ്യൻസിൽ ഇത് ഓരോ ഡയമെൻഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അറിയൂ അല്ലെങ്കിൽ വെറുതെ നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഓരോ സ്കെയിലും ഈ ടെൻ സബ് സ്കെയിലും വെറുതെ ഹൈ ആണോ ലോ ആണോ ആവറേജ് ആണോ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം that may not help for diagnosing a particular problem. ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് ഒരു കേസ് നമുക്ക് തരുന്ന സമയത്ത് അവരാവശ്യപ്പെടുന്നത് whether it is personality disorder ഒരു ഡെലൂഷണൽ ഡിസോർഡർ ആൻസർ അല്ലാതെ ഈ കൈ ഓവർ ആയതാണോ ലോ ആണോ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് diagnosed as personality disorder or delusion disorder അപ്പൊ അതിനാണ് അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മൊത്തം കോംപ്രഹെൻസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ എത്ര പേരാ നാല് പേര് ഓക്കെ ഞാനിങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ അവിടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു okay next inventory using for measuring the uh, personality is uh, million clinical multi-axial inventory. Now it's its fourth uh, edition, fourth revision. And this test was uh, developed by Theodore Millen, Roseman, and uh, Carey Millen. And this test is intended to provide information on personality trait and psychopathology, including specific psychiatric uh, disorders. It can be used for adults uh, of the age 18 and over. And uh, this test consists of uh, 195 true or false item. ഉം, ഓരോ ഐറ്റത്തിനും ട്രൂ ഓർ ഫോൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് The subject has to read each statement and make the uh, make the sincere response whether it is true or false for that person. ഇതാണ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ വായിച്ചിട്ട് അവരുടെ ലൈഫിൽ ഇത് എത്രമാത്രം ട്രൂ ഓർ ഫോൾസ് മാത്രം മതി ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമിയിലാണ് ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ ഇതിൽ നിന്നാണിത് and this test is modelled on four categories of scale these categories are first one that is ten sorry fifteen personality scales ten clinical syndrome scale, 5 virality scale, 3 modifying engines, indices, 2 random response indicators, 45 Grossman personality facet scale based on the Seth Grossman series of personality and psychopath. ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് പതിനഞ്ച് പേഴ്സണാലിറ്റി പാറ്റേൺ സ്കെയിൽ ഉണ്ട് ഇരുന്നൂറ്റഞ്ചിൽ പതിനഞ്ചെണ്ണ പേഴ്സണാലിറ്റി പാറ്റേൺ ആണ് അതിലുള്ള പേഴ്സണാലിറ്റി പാറ്റേൺ ആണ് then there are ten subscale or ten item subscale containing the item for measuring the clinical syndrome or psychopathological pathological ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടുണ്ട് then five validity scale validity ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ സബ്ജക്റ്റ് തരുന്ന റെസ്പോൺസ് മാത്രം വാലിഡ് ആണെന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പേഴ്സണാലിറ്റിയിൽ വാലിഡിറ്റി നമ്മൾ നോക്കുന്നില്ലെങ്കിൽ ചെയ്യുന്നത് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഐറ്റംസ് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പൊ എത്രമാത്രം സബ്ജക്റ്റ് ഇതിനോട് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം if the subject is uh, faking the uh, clinicians then we can easily understand uh, by this checking validity scales and three modifying indices. modifying the behavioral modification ആണ് in this random response series ഉദ്ദേശിക്കുന്നത് റാൻഡമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് uh, plus he has investment theory of personality and psychopathology ഗ്രോത്ത്മാന്റെ തിയറി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പേഴ്സണാലിറ്റി ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ തിയറിനെ ബേസിലുള്ള നാൽപ്പത്തഞ്ച് പേഴ്സണാലിറ്റി ഫാസറ്റ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് so fifteen personality pattern zero by validity hello remodifying to random cons and 45 and 45 facets based on the gross and theory of personality and uh, psychopathology. Sir. Very similar. ഈ ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിന്റെ സിക്സ്റ്റീൻ പി എഫ് ആണോ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പി എഫിന്റെ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണോ അല്ല അല്ല അല്ല ഇല്ല ഇല്ല സിസ്റ്റം ബി എഫ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് system B F system B F ഇവിടെ ഏതാണ് നിങ്ങൾ ചോദിച്ചത് ഗ്രോസ്മാൻ അത് പേഴ്സണാലിറ്റി പാറ്റേണോ പറ്റിയാണോ ചോദിച്ചത് അല്ലല്ല പേഴ്സണാലിറ്റി ആ ഫാക്ടേഴ്സ് ആണ് ഫാക്ടേഴ്സ് ആണ് ആണ് ഇത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓരോരുത്തരുടെയും തിയറിയെ ബേസ് ചെയ്തിട്ട് അവർ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് അപ്പോ ഈ കറ്റയില് പറയുന്ന സിക്സ്റ്റീൻ പി എഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന പേഴ്സണാലിറ്റി പാറ്റേണിൽ നിന്ന് ഡിഫറൻസ് ഓ ശരി ശരി ആ പേഴ്സണാലിറ്റി തിയറിയിൽ ഓരോരുത്തരുടെയും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഡിഫറെന്റ് ആണ് അപ്പൊ അവരുടെ ഓരോ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് സോറി പേഴ്സണാലിറ്റി തിയറിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ ചിലതിലൊക്കെ ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ടാകാം പക്ഷെ സ്വന്തമായിട്ട് ഓരോരുത്തർ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരൊരു പേര് കൊടുക്കുന്നു അവരൊരു പർട്ടിക്കുലർ പാറ്റേൺ നോക്കുന്നു അപ്പോൾ പേഴ്സണാലിറ്റിയുടെ പാറ്റേൺ അല്ലെങ്കിൽ സിസ്റ്റം പി എഫ് എന്ന് പറയുന്നത് അത് കറ്റേലിന്റെ ഒരു കൺസെപ്റ്റ് മാത്രമാണ് പേഴ്സണാലിറ്റി ട്രൈറ്റിനെ നമുക്കൊരു പർട്ടിക്കുലർ നമ്പറിലേക്ക് ഒന്നും ഒതുക്കാൻ പറ്റുമെന്നില്ല മനസ്സിലായി ഓരോ ആളുകളിലുള്ള പാറ്റേൺ ഓരോ ആളുകളുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് കൃത്യമായിട്ടറിയില്ല ഇപ്പൊ ഫോർ തൗസൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ഫോർ തൗസൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റുകളൊന്നും തന്നെ ഒരു തിയറിയിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ തിയറിയിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടെസ്റ്റിലോ ഒന്നും തന്നെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നൊന്നുമില്ല കാരണം മനുഷ്യന്റെ നേച്ചർ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ ഓരോ സൊസൈറ്റിയിലുള്ള ആളുകൾ ഓരോ കൾച്ചറിലുള്ള ആളുകൾക്കൊക്കെ ഡിഫറെന്റ് ട്രൈറ്റ് ആയിരിക്കും മനസ്സിലായിട്ട് ആ രീതിയിൽ പറയേണ്ടതാണ് കേട്ടോ യഥാർത്ഥത്തില് പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പർ മെറ്റൊന്നല്ല കാരണം നമ്മുടെ ഫൈനർ ആയിട്ടുള്ള സ്വഭാവത്തിനെ പോലും നമുക്കൊരു ട്രെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇനിയിപ്പൊ ഈ സിസ്റ്റീൻ പേഴ്സണാലിറ്റി ഫാക്ടർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും സിസ്റ്റീൻ പേഴ്സണാലിറ്റി ഫാക്ടറിൽ കറ്റയില് പറഞ്ഞിരിക്കുന്നത് സിക്സ്റ്റീൻ പ്രൈമറി ഫാക്ടർ ആണ് പറഞ്ഞത് അതെ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അത് സോഴ്സ് ആണ് അതിന്റെ സർഫസ് ലെവൽ വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷൻ ആണ് അത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഫാക്ടറും സെക്കൻഡ് ഫാക്ടറും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാകാം ഫസ്റ്റും സെക്കൻഡും തേർഡും തമ്മിൽ വേറൊരു കോമ്പിനേഷൻ ഉണ്ടാകാം സെക്കൻഡും തേർഡും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാകാം സെക്കൻഡും തേർഡും ഫോർത്തും തമ്മിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാകാം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എക്സാക്ട്ലി സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സോഴ്സ് ആണ് സോറി സോഴ്സ് ആണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അതിന് സർഫസ് ലെവലിൽ കുറെ അധികം വരാം അത് കൃത്യമായിട്ട് അത്രയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല okay so anyway uh, this uh, we are going to next that is uh, 16 personality factor um, for discuss as discussed just was familiar Raymond B. Cattell and Tatsu and Heber, he had a measure of normal personality and as a clinical instrument to help diagnose the psychiatric disorders as well as help with the prognosis and the planning the therapy. Now it's uh, fifth edition. uh, contain uh, 185 multiple choice item and by this multiple choice item these are the dimensions ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ ഡയമെൻഷനിലാണ് ഈ പറയുന്ന പേഴ്സണാലിറ്റി ഫാക്ടർ uh, നോക്കുന്നത് ഇന്നത്തെ ഒരു സൈഡിൽ എട്ടെണ്ണം എന്നുള്ളത് ഇങ്ങനെ രണ്ട് സൈഡിലും കൂടി സിക്സ്റ്റീൻ പേഴ്സണാലിറ്റി ഫാക്ടർ ആണുള്ളത് warmth vigilance reasoning emotional stability privateness, apprehension, dominance liveliness, openness to change rule consciousness self reliance perfectionism, sensitivity tension and social ഇത്രയും പേഴ്സണാലിറ്റി ഫാക്ടർ ആണ് ഉള്ളത് ഈ പേഴ്സണാലിറ്റി ഫാക്ടർ ആ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം അതിനും ഒരു പ്രൊഫൈൽ ഉണ്ട് നിങ്ങൾ വരച്ചിട്ടുള്ളതാണ് പ്രൊഫൈൽ ആ പ്രൊഫൈലിന്റെ ഗ്രാഫിന്റെ പ്ലോട്ട് നോക്കിയിട്ട് ഗ്രാഫിന്റെ ടോട്ടൽ സ്ട്രക്ചർ നോക്കിയിട്ടാണ് ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സൈക്കാറ്റിക് ഡിസോർഡർ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടും ഇപ്പൊ ഒരാളിലെ ഇപ്പൊ ഒരു സിസോഫ്രേനിക്സ് എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് എത്രമാത്രം പ്രൈവറ്റ് ആണ് സെൽഫ് റിലയൻസ് ആണ് പെർഫെക്ഷനിസ്റ്റ് എത്രത്തോളം സോഷ്യൽ ബോണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഡയമെൻഷനിലും സിക്സ്റ്റീൻ ഡയമെൻഷനിലും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കോർ നോക്കിയതിന് ശേഷം ആ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസോർഡർ ആണോ അല്ലയോ അല്ലെങ്കിൽ ഇയാൾ നോർമൽ ആണോ അബ്നോർമൽ ആണോ അബ്നോർമൽ ആണെങ്കിൽ ഏത് ഏത് ഡിസോർഡർ ആണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സിസ്റ്റം പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സോഴ്സ് ഉണ്ട് സർഫസും ഉണ്ട് സിസ്റ്റം പി എഫ് എന്ന് പറഞ്ഞ സോഴ്സ് ആണ് സർഫസിന്റെ കോമ്പിനേഷൻ എന്ന് ഡിപെൻഡ് ആയിട്ട് okay and next is another personality inventory that was uh, that is a new personality inventory. <clears throat> this uh, test was uh, developed by post Paul Costa McRae, Robert McRae, PNT 90. This is comparatively a new personality inventory. It is known as the Big Five personality test. This can be used with adult men and women without overt psychopathology. later shown to be also useful for NR ages and its testers. Its personality inventory assesses big personality traits like uh, extraversion, agreeableness, conscientiousness, neuroticism, and openness to experience. ഇത്രയും അഞ്ച് ഫാക്ടറാണ് പേഴ്സണാലിറ്റി ബിഗ് ഫൈവ് personality തേക്ക് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേഴ്സണാലിറ്റി ട്രേറ്റിനെയും ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് ഫൈവ് ബിഗ് പേഴ്സണാലിറ്റി ട്രേറ്റ് അതാണ് ഇവിടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആ എൻട്രിയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മിനസെറ്റ മൾട്ടിപ്ലേസി പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ് എം എം പി ഐ എന്ന് പറയുന്ന ഇൻവെന്ററി ആണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഡിസ്കസ് ചെയ്തത് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഹത്തേവ് ആൻഡ് മക്കിൻലി ആണ് ഫോർട്ടി ത്രീയിലാണ് ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ ബേസ് ചെയ്തിട്ടുണ്ട് നമ്മളിതിന്റെ ഉപയോഗിച്ച് റിവിഷൻ സെക്കൻഡ് റിവിഷൻ റിവിഷൻസ് ഉണ്ട് റിവിഷൻ നോക്കുക എം എം പി എയില് പത്ത് സബ്ജക്റ്റ് ആണുള്ളത് എങ്കിൽ ടെൻ ഡയമെൻഷൻസ് ആണ് ഈ എം എം പി എയിലുള്ളത് They are hypochondriasis, depression, hysteria, psychopathic deviance, masculinity, femininity, paranoia, psychosthenia, schizophrenia, hypomania and social introversion. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഇത്രയും dimension or these how these different traits are there in the personality of a person ഇതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം പ്രശ്നമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല പല നേച്ചറും ഈ പറയുന്ന നേച്ചർ എല്ലാവരിലും ഉള്ള നേച്ചറൊക്കെ തന്നെയുണ്ട് ഇതൊരിക്കലും പത്തോളജിക്കലായിട്ട് നോക്കുന്നതല്ല പക്ഷെ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ബിക്കെയിം പത്തോളജി എന്ന് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കപ്പെടുന്നു അപ്പൊ ഇത് ആര് ചെയ്തു കഴിഞ്ഞാലും ഈ പത്ത് ഡയമെൻഷൻ ഓരോരുത്തരിൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആദ്യത്തെ dimension hypochondriasis concern with symptoms എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് ഒരു ലെവലിൽ നിന്ന് മുകളിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കെയും പത്തോളജിക്കൽ സിംറ്റം ഓഫ് ഹൈപ്പോകോൺട്രിയാസിസ് നിങ്ങൾ സൈക്കോപത്തോളജി പഠിച്ചിരുന്ന കോൺട്രിയാസ് എന്ന് പറയുന്നത് സൊമാറ്റോഫോം ഡിസോർഡറിൽ വരുന്ന ഒരു ഒരു ഡിസോർഡറാണ് ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്നത് സൊമാറ്റോഫോമിൽ വരുന്നതാണ് സൊമാറ്റോ സൊമാറ്റൈസേഷൻ ഡിസോർഡറും കൺവേർഷനും ഹൈപ്പോകോൺട്രിയാസും പിന്നെ വേറെ കൂടിയുണ്ട് അപ്പൊ ഇത്രയും ഈ ഒരു നേച്ചർ എത്രമാത്രം അതുപോലെ തന്നെ other dimensions like hypomania schizophrenia paranoia ഇത് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞാണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനി അടുത്ത ടെസ്റ്റിൽ വരുന്നത് മിലോൺ ക്ലിനിക്കൽ മറ്റിയാക്സിൽ ഇൻവെന്ററിയിൽ വരുന്നത് fifteen personality pattern scale ten clinical syndrome 5 validity scale, 3 modifying indices, 2 random response indicators, 45 Grossman personality facet scale. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് in this test there are one ninety five true or false item ഇതിൻ്റെ ഇപ്പുറത്തെ ഫോർത്ത് എഡിഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻ്റ് യൂസ് ചെയ്യപ്പെടുന്നത് ഫോർത്ത് എഡിഷൻ ഫോർത്ത് എഡിഷനിലാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിനുള്ളത് നേരത്തെ എഡിഷനിൽ കൂടുതൽ ഉണ്ടായിരുന്നു അത് കുറച്ചിട്ട് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ക്വസ്റ്റ്യൻ അപ്പൊ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്കെയിലാണ് കാണുന്നത് പേഴ്സണാലിറ്റി പാറ്റേൺ ക്ലിനിക്കൽ സിൻഡ്രോം ഇതും ഇതുപോലെ തന്നെ ഒരു നോർമലായിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് മനസ്സിലാക്കാൻ പറ്റും പത്തോളജി ഉള്ള ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ പേഴ്സണാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് ഒരാളുടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ഈസ് നിങ്ങൾ ചെയ്തിട്ടുള്ള സിസ്റ്റം ബി എഫ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാം സിസ്റ്റം ബി എഫിൻ്റെ ഇപ്പോഴത്തെ എഡിഷൻ എന്ന് പറയുന്നത് കറണ്ട് എഡിഷൻ എന്ന് പറയുന്നത് one eighty five multiple choice items ആണ് ഉള്ളത് സിക്സ്റ്റി ഫൈവിൻ്റെ സോറി സിക്സ്റ്റീൻ ബി എഫിൻ്റെ പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ എട്ടെണ്ണം വെച്ച് രണ്ട് സൈഡിൽ പതിനാറെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇതിലും ഇതുപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ ട്രേറ്റും ഇപ്പോൾ വാംപ് എന്ന് പറയുന്ന ട്രേറ്റ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ട്രേറ്റ് ദെൻ സെൽഫ് റിലേഷൻസ് എന്ന് പറയുന്ന ട്രേറ്റ് ടെൻഷൻ ഇങ്ങനത്തുള്ള ഓരോന്നിലും ഓരോന്നിലും വ്യക്തിയുടെ ഡയമെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കും അതിനെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പ്ലോട്ട് വരച്ചിട്ട് ഓരോന്നിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പ്ലോട്ട് വരച്ചിട്ട് ആ ലൈനിന്റെ വരയ്ക്കുന്ന ലൈനിന് ഒരു കോമൺ ആയിട്ട് നേച്ചർ ഉണ്ടാകും that nature of the line graph or line determine a particular personality trait or psychopathology of that person. നമ്മൾ അതാണ് നമ്മൾ നോക്കുന്നത് ആ ലൈനിന്റെ കർവ് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ പത്തോളജി ആയിരിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ഇത് നിൽക്കുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഇന്റർപ്രിട്ടേഷനിൽ നമുക്കിത് ഒരുമിച്ചാണ് ഇന്റർപ്രറ്റ് ഇപ്പൊ വാമത്തിൽ ഫൈവ് കിട്ടി പൊട്ടൻഷ്യലിൽ സിക്സ് കിട്ടി എന്ന് ആണെങ്കിൽ പോലും ഫൈവും സിക്സും കൂടി വരുന്ന സമയത്ത് എങ്ങനെയാണ് കോമൺ ആയിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന NEO personality inventory this test was developed by McCrae and Costa and sorry Costa and McCrae in nineteen ninety this is comparatively recent hmm, uh, personality inventory and it is widely used now in both uh, um, clinical settings and and in research purpose. this can be used with adult men and women without overt psychopathology. കാര്യമായിട്ടുള്ള സൈക്കോപത്തോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇല്ലാത്ത ആളുകളിലാണ് നമ്മൾ നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി സാധാരണ ചെയ്യുന്നത് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്നോസിസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരാളുടെ ഒരു കറണ്ട് സ്റ്റേറ്റസ് നോക്കിയതിന് ശേഷം ഇത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പരിധി വരെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റിന് എന്ന് പറഞ്ഞ വലിയൊരു വലിയൊരു സിസോഫെനിക്സിനെ ഒന്നും ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റണമെന്നില്ല പക്ഷെ ചില ക്യാരക്ടറിസ്റ്റിൽ നിന്ന് നമുക്ക് വൾണറബിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും These are the five big traits, five big uh, personality traits like extraversion, agreeableness, conscientiousness, neuroticism, and openness to experience. Scale, actually this scale is uh, uh, a modified version of the Ising personality questionnaire, EPQ. In EPQ also there are uh, some of these dimensions. Version അതുപോലെ തന്നെ ന്യൂറോസ് ഇമോഷൻ സ്റ്റെബിലിറ്റി സൈക്കോട്ടിസം എന്ന് പറയുന്ന സംഭവം അതിൽ ആ സ്കെയിലുള്ള രണ്ടെണ്ണം ഈ സ്കെയിലിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് ഇഗ്രിബിളസും കൺസിനിയസ്നസും ഓപ്പൺനെസ്റ്റ് എക്സ്പീരിയൻസും ഈ സ്കെയിലിലൂടെ മാത്രം ആഡ് ചെയ്തിട്ടുള്ളതാണ് മറ്റു നേരത്തെ ഉള്ളതാണ് ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കിട്ടുന്നത് ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഓരോന്നും ഒരു വ്യക്തിയുടെ പ്ലോട്ട് ചെയ്തേക്കുന്നതാണ് അയാളുടെ സ്കോർ എവിടെയാണെന്ന് പ്ലോട്ട് ചെയ്തേക്കുന്നത് ഓപ്പണസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്ട്രാ വേർഷൻ ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഡയമെൻഷൻസ് കൺസിൻസ് അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് we can understand or we can estimate the personality pattern of discourse ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് നിയോ പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത് and this test consist of two forty item and Now its uh, latest version, Neo PIR, Neo Personality Inventory Revised version done in 2010. Uh, അപ്പോൾ ഈ ടെസ്റ്റിലൂടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ അല്ലെങ്കിൽ self report measures self report എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ഓരോന്ന് വായിച്ചിട്ട് സബ്ജക്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി അല്ലെങ്കിൽ ഇതെല്ലാം ഒബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ നോംസ് ഉണ്ട് ആ പർട്ടിക്കുലർ നോംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സോറി ആര് ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്കോറിനെ ആ രീതിയിലേക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റീവാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ലെവലിലുള്ള ഇന്റർപ്രിട്ടേഷനുള്ള ആണ് അപ്പൊ എത്ര ടെസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു many test many test so far we have discussed നോക്കിക്കോളൂ ഏ ഞാൻ ആദ്യം മുതൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാക്കി നിർത്തും Yes, we start from the base. Base has its three versions. Hmm? Base, WISC, WPP, S. Then, then we discuss the next test that is Stanford Venus scale. So 3 plus 1 that is 4. Then Ravens with the three versions. Allied probability matrices, standard probability matrices, and advanced probability. matrices. SPM, CPM, and APM. That is Raven's probability matrices. So 3 plus 1 plus 3. Hmm? That is uh, age. Then we discuss Hoffman assessment battery. So 9. Then differential ability scale. Then then that very 10%. So even test difference of in and the well we discuss personality luminosity phase then learn clinical multi-axis system B അപ്പൊ പതിനൊന്നും ഇതിൽ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇതില് നമ്മൾ പറഞ്ഞ പോലെ M M P then M C M I sixteen P F ആരാണ് നാലെണ്ണം eleven plus four eleven test for intelligence and general mental ability and four test we have discussed so far in objective personality പതിനഞ്ച് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തത് പേഴ്സണാലിറ്റി തന്നെ പ്രോജക്റ്റീവ് ടെസ്റ്റാണ്